Good morning. Can we start today's session? Yes, good morning, ma'am. Good morning. Morning, sister. Okay, good morning. ഇന്ന് സൺഡേ ആണ് ആളുകൾ കുറവാണ് എങ്കിലും നമുക്ക് മുന്നോട്ട് പോവാം നമ്മൾ ഇന്നലെ നിർത്തിയെടുത്തുന്ന block number three zero zero seven ആണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് working with physical illness and self abuse ഇതിന്റെ ഭാഗമായിട്ട് യൂണിറ്റ് ഇലവനിലാണ് നമ്മൾ നിൽക്കുന്നത് ഡീലിംഗ് ഇതിലെ യൂണിറ്റ് ഇലവൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ ഗ്രൂപ്പാണ് dealing with H I V and AIDS നമ്മൾ ഇന്നലെ എച്ച് ഐ വി ആൻഡ് എയ്ഡ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് എന്താന്നുള്ളത് ഇവിടെ പറഞ്ഞായിരുന്നു അതിന്റെ ഒരു ഇലാബറേറ്റഡ് ഫോം ആണ് യൂണിറ്റ് ഇലവനില് നമ്മൾ കാണുക സാധാരണ കാണപ്പെടുന്ന silent issues and concerns that family members living with a stereo sero positive persons sero positive means positive in serum blood result uh, person are faced with a stigma, a, a, kind of stigma and discrimination, fear of acquiring infection, helplessness, uh, disclosure uh, towards society, ഒരു ഒരു ഭയമാണത് exposure of life style marriage and child bearing disturbance in family roles and functioning especially economic burden burden of caregiving, impact of women and children, anger and hostility, fear of facing sick and dying. These are some of the issues, uh, silent issues and concerns the family members of HIV positive are facing. Essential skills required to do the counseling for the families dealing with HIV or AIDS First of all, we need an at least knowledge regarding the, or the we need an, um, to get that information regarding the HIV and AIDS. That's the thing. Yesterday they were sharing uh, here. Um, I think Elizabeth Member uh, really nicely described uh, what actually, uh, what all things we need to fear, how it's you know, uh, passed through the people. Like that, the informations we need to get it and non-judgmental attitude towards the um, patient ability to deal with the difficult issues. There are more issues concerning the social aspects, involvement uh, in uh, the societal norms, all the things, there may be a kind of difficulty. So the uh, ability to deal with, how to deal with them. Uh, that is the thing we need to uh, educate the HIV patients, engaging family in counseling process, family interviewing, home visiting, uh, connection skills. Uh, these are the essential skills required to do the counseling uh, among the HIV related persons and with the family. In family assessment is an essential and integral part of family counseling. A complete assessment of family should um, is to be carried out as far as possible and the intervention planned based on the findings of the assessment. So mostly uh, I said uh, previously, each family is a unique system uh, or, or, a unique social system. So we need to assess uh, first what is the what are the dysfunctional mm, factors of that particular family based on any other illness or physical disability or the HIV thing. Then only we need to implement the uh, uh, program or the counseling to that particular family. Assessment and intervention go hand in hand, that is, there are conducted simultaneously. നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഓഫ് ഇന്റർവെൻഷൻ നമ്മളൊരു കുടുംബത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിനു മുൻപ് ആ കുടുംബത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഫാമിലിയെ kuriche ഒരു അസസ്മെന്റ് എന്താണ് ആ ഫാമിലിയുടെ റിയൽ കണ്ടീഷൻ എന്ന് ഒന്ന് മനസ്സിലാക്കുക ഒന്നിങ്ങനെ ഒബ്സർവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മെത്തേഡുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ടൂള് വെച്ച് അന്വേഷിച്ചിട്ടായിരിക്കാം ഇങ്ങനെ ഡിഫറെന്റ് രീതിയിലെ ഒരു കുടുംബത്തിന് എന്താണ് അവിടെ മെയിൻ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ആണോ അല്ലെങ്കിൽ ഫിയർ ആണോ അതല്ലെങ്കിൽ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ അതല്ലെങ്കിൽ സൂയിസൈഡൽ അറ്റാക്കുകളാണോ അല്ലെങ്കിൽ ഐഡിയേഷൻസ് ആണോ ഇങ്ങനെ എന്താണ് ആ കുടുംബത്തിനെ റിയൽ ആയിട്ട് ബോദർ ചെയ്യുന്നത് എന്ന് അസസ് ചെയ്തിട്ട് വേണം ഇന്റർവെൻഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അപ്പൊ ഈ ഇന്റർവെൻഷന്റെ ഒരു മെയിൻ ഗോള് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെടുത്ത ആ കുടുംബത്തിൽ നമ്മൾ കണ്ടെടുത്ത ചില ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലുള്ള ചില രീതികൾ ഒക്കെ ആയിരിക്കും family interactions prior to H I V diagnosis എങ്ങനെയായിരുന്നു നമ്മൾ എസ് എസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു എച്ച് ഐ വി പേഷ്യൻറ്റിൻ്റെ ഒരു കുടുംബത്തിലാണ് നമ്മൾ ചെന്നിരിക്കുന്നത് എങ്കിൽ ആ ആ ഒരു അസുഖം ഡയഗ്നോ അല്ലെങ്കിൽ ഈ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഡയഗ്നോസ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷമുള്ള വ്യത്യാസങ്ങളാണ് അവർ പറയുക പ്രത്യേകിച്ചും അല്ലെങ്കിൽ ആ വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതിന് മുൻപുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയായിരുന്നു ഇപ്പോഴുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയാണ് ഇതിനോട് കോപ്പ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് അവർ കോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് റൈറ്റ് ഓർ റോങ് ആണോ എന്തെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഇൻവോൾവ് ഒരു കോഗ്നറ്റീവ് മെത്തേഡുകൾ പഠിപ്പിക്കേണ്ടതുണ്ടോ റിലാക്സേഷൻ ആണോ വേണ്ടത് അവരെ ഡിറക്റ്റ് ചെയ്യാണോ വേണ്ടത് റെഫറൽ ആണോ അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആണോ ഇങ്ങനെയുള്ള സംഗതികൾ നമ്മൾ അവെയർ ആകുക എന്നുള്ളതാണ് വേണ്ടത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും എച്ച് ഐ വി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇതിലുണ്ടോ നിങ്ങളുടെ ഗ്രൂപ്പിലെ എച്ച് ഐ വി റീഹാബിലിറ്റേഷൻ അതല്ലെങ്കിൽ എച്ച് ഐ വി ഗ്രൂപ്പിന് എഡ്യൂക്കേറ്റ് ചെയ്യുന്നവരെ മാസാമാസം വിളിച്ചു കൂട്ടുന്ന അങ്ങനെ കെസ്ബവൻ അങ്ങനെയൊക്കെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട് ഇതിലൊക്കെ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരായിട്ടുള്ള കോണ്ടാക്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഉണ്ടോ hello hello none voice audible അല്ലേ yes sister think no one is there ഇത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം ഇപ്പോഴത്തെ പുതിയ സ്കീം അനുസരിച്ച് ഇവർക്ക് ത്രീ മന്ത്സ് കൂടുമ്പോൾ ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകൾ food food kit plus medicines available ആണ് ഇവരുടെ ഈ ഒരു ഈ ഒരു രീതിനെ ഓവർകം ചെയ്യാൻ ഇനീഷ്യൽ സ്റ്റേറ്റുകളിലെ കൗൺസിലിങ്ങുകൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ദെൻ പ്രോപ്പർ സ്കൂളിങ്ങിലേക്ക് ഇവരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള രീതികളൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒരു സ്കൂളിംഗ് ഫെസിലിറ്റി ആസ് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ തന്നെ കണ്ടെത്തണം സ്കൂളിലായാലും ഇവരിങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളൊരു പോപ്പുലാരിറ്റി ഒന്നും അധികം കൊടുക്കുന്നില്ല അങ്ങനെ തന്നെയാണ് ഇവർ സ്കൂളിൽ അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റിഗ്മ മറ്റു കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇപ്പൊ ബ്രാൻഡ് സ്കൂൾസ് ഒക്കെ ആണെങ്കിൽ അത് സ്കൂളിന് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവരെ സ്കൂളുകളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു പ്രൈവസി മാനേജ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള എല്ലാം ഫുഡ് മെഡിസിൻ ഒക്കെ ഒരു പരിധി വരെ ന്യൂട്രീഷ്യൻ രീതികളൊക്കെ ഒരു പരിധി വരെ ഡോക്ടേഴ്സ് വന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവർക്ക് ഓർഗനൈസേഷൻ ആ ഗ്രൂപ്പിലെ നമ്മൾ പേര് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇൻഫർമേഷൻസ് വരും ഇവർക്ക് കൂടാനായിട്ട് സിക്സ് മന്ത്സിൻ്റെ ഉള്ളിൽ വൺ ഇയറിൻ്റെ ഉള്ളിലൊക്കെ സാധ്യതകൾ ഒത്തിരി ഉണ്ട് ഇന്റർവെൻഷൻസ് സാധാരണയായിട്ട് കൊടുക്കുന്നത് കോമ്പോണൻസ് ഓഫ് കൗൺസിലർ ഏതൊക്കെ ഒന്നിങ്ങനെ പറയുന്നത് ഒരു ധൈര്യമാണോ വേണ്ടത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടാണോ വേണ്ടത് സോഷ്യൽ ഗ്രൂപ്പിന്റെ ഒരു രീതിയാണോ പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള കമ്പോണൻസ് ആണ് ഏത് ഏത് കമ്പോണന്റ് ആണ് ഇന്റർവെൻഷന് വേണ്ടത് എന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് providing information about H I V and AIDS അതൊരു ഇന്റർവെൻഷൻ പ്രോഗ്രാം ആണ് പ്രൊവൈഡിങ് ഹോപ്പ് വെന്റിലേഷൻ ഒരു ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആണെങ്കിൽ കത്താർസിസ് ഓർ വെന്റിലേഷൻ ഇവരതിൽ നിന്നൊന്ന് ആശ്വാസം കൊടുക്കുന്ന രീതിയിലുള്ള ചില ഗ്യാതറിങ്ങുകൾ സംഘടിപ്പിക്കുക അതൊരു ഇന്റർവെൻഷൻ മോഡാണ് communication and problem solving skills or training strengthening social support system improve coping skills of the family members connection and referral then ഇവരായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇവരെ ഡോക്ടേഴ്സായിട്ടും എൻ ജി ഒ ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ സഹായിക്കുക unique family counselling issue venue of the counsel എവിടെയാണ് എപ്പോഴാണ് കൗൺസിലിംഗ് സെഷൻസ് അവർ അവരറിയിക്കുക കൗൺസിലർ വേഴ്സസ് ഫിസിഷ്യൻ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുക ഗോയിങ് ഇന്റർവെൻഷൻ ഇതൊരിക്കലും അവസാനിക്കുന്ന ഇന്റർവെൻഷൻ അല്ല ഇതൊരു പ്രോസസ്സാണ് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമുക്ക് എച്ച് ഐ വി ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു റിക്കവറിങ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഗോയിങ് ഇന്റർവെൻഷൻ പ്രോസസ്സാണ് moving to substance abuse substance abuse എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം drug addictions or drug addict ആ ഒരു uh, അല്ലെങ്കിൽ ആൽക്കഹോളിക് ഇഫക്റ്റ് uh, അതുകൊണ്ട് അതിനൊരു clinical interview or clinical based interventions ഒക്കെയാണ് പൊതുവെ വരിക ഹിസ്റ്ററി ആദ്യത്തിലേ നമ്മൾ വരുന്നത് സബ്സ്റ്റാൻസ് ഏതെങ്കിലും സബ്സ്റ്റാൻസുകളാണ് ഒന്നിങ്ങ നിക്കോട്ടീൻ അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഡ്രഗ് യൂസ് ചെയ്യുന്ന അത് ഓവറായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതെടുക്കുന്ന ഒരു ഇതിനെയാണ് സബ്സ്റ്റാൻസ് അബ്യൂസ് എന്ന് പറയുക ഡീൽ ചെയ്യുന്ന ആശയങ്ങളാണ് അപ്പൊ നമ്മൾ അവരുടെ ഒരു ഹിസ്റ്ററി ടേക്കിംഗ് ആണ് എപ്പോഴും ക്ലിനിക്കൽ ഇന്റർവ്യൂവിൽ ആദ്യമായിട്ട് ചെയ്യുക ഇത് ഒരു process of skill where the objectives is to gather relevant and correct information quickly about various aspects of the problem ഒരു എക്സാമിനേഷൻ ക്ലിനിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ അത് മാത്രം ബ്ലഡിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട് ഓറൽ എക്സാമിനേഷൻ ഉണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് അതിൽ നിന്ന് തന്നെ ഇതിന്റെ ഡ്രഗിന്റെ ഇമ്പാക്റ്റ് എന്തുമാത്രം ശരീരത്തിലായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും use structured tool for assessment ഇതാണ് സ്ക്രീനിങ് ആദ്യത്തേത് മെഡിക്കൽ അസസ്മെന്റ് ആണെങ്കിൽ ഇതിൽ വരുന്നത് സ്ക്രീനിങ് ആണ് നമ്മൾ ചോദിച്ചറിയും കാര്യങ്ങൾ അവർക്ക് അത്രയും കോൺഷ്യസ് ആണെങ്കിൽ ഇനി കോൺഷ്യസ് അല്ലെങ്കിലും ഒരു ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞാൽ ഇവരോട് ഇന്റർവ്യൂ നമുക്ക് നടത്താം screening is usually applied to a large group of harm minimization ഇവര് ഇത് എടുക്കുന്നവർ നിങ്ങൾക്കറിയാം ഇത് ഭയങ്കര ഒരു അവസ്ഥയാണ് ഒരു എന്താ പറയാ ഒരു നമുക്കൊരു ഹാലൂസിനേഷൻ ഇഫക്റ്റ് ഒക്കെയാണ് അതല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ വേൾഡ് ആണ് ഇതെടുത്ത് കഴിയുമ്പോൾ വരുന്ന ഒരു തലയുടെ ഒരു സ്ഥിതി അപ്പൊ അതിനാൽ തന്നെ ഇവർ എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് സ്വയം ഹാം ചെയ്യാനുള്ളതോ മറ്റുള്ളവരെ ഹാം ചെയ്യാനുള്ളതോ ആയ ഒരവസ്ഥയെ മിനിമൈസ് ചെയ്യാനുള്ള ഗോളാണ് പിന്നെ സെറ്റ് ചെയ്യുന്നത് improvement of health social occupational functioning third and improved quality of life ഇതിന് ഒരു സബ്സ്റ്റാൻസ് അബ്യൂസിന് എപ്പോഴും ഒരു ഇനീഷ്യൽ സ്റ്റേജ് ക്രോണിക് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ സ്റ്റേജ് അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് തുടക്കക്കാര് ഒരു മിഡിൽ ഫേസിലെത്തി നിൽക്കുന്നവര് പിന്നെ എക്സ്ട്രീം അതിൽ നിന്ന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഇതിനെ തിരിക്കുക അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ടു ടു ഫോർ വീക്സ് ആണ് മിഡിൽ ഫേസ് എന്ന് പറയുന്നത് ത്രീ ടു സിക്സ് മന്ത്സ് ആണ് ഇത് ട്രീറ്റ്മെന്റ് ഫേസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ ഇവര് ഏത് വിഭാഗത്തിലാണ് ഏത് വിഭാഗമായാലും ഈ ഒരു പ്രോസസ്സിലൂടെ ഈ ഒരു ട്രീറ്റ്മെന്റ് ഫേസിലൂടെ കടന്നു പോകും പക്ഷെ ഹൈലി അഡിക്റ്റഡ് പീപ്പിൾ ഒക്കെ ചിലപ്പോൾ കുറച്ചും കൂടിയും നമ്മൾ പറയുന്ന ഈ ലാസ്റ്റ് ഫേസിലൊക്കെ കുറെ നാള് ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് ഇവരൊന്ന് നോർമൽ ഫേസിലേക്കൊക്കെ തിരിച്ച് വരിക Treatment modalities, there are two modalities, pharmaco pharmacotherapy and uh, psychosocial interventions. തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് ഈ സബ്സ്റ്റാൻസ് അബ്യൂസ് നമ്മൾ ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഡ്രോവൽ സിംറ്റംസ് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മെഡിക്കേഷൻസും with under guidance of the medical ഡോക്ടറും ഓടും കൂടിയിട്ടാണ് നമ്മൾ ഇന്റർവെൻഷൻസ് എന്തും ഇനി തുടക്കത്തിൽ തന്നെ ഇന്റർവെൻഷൻസ് ഒന്നും തന്നെ കൊടുക്കില്ല വെന്റിലേഷൻ ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തുടക്ക ഭാഗങ്ങളിൽ ഇവർക്കൊരു മെഡിക്കൽ കെയർ ആണ് അതിനുശേഷമാണ് ഒരു സൈക്കോ ഇന്റർവെൻഷൻസ് ഒക്കെ ഇംപ്ലിമെന്റേഷൻ അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളിവിടെ നെസ്റ്റില് അവർ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് അതിലെ ഓരോ പ്രാവശ്യവും വരുന്നത് ഒരു പത്ത് നാൽപ്പത് അമ്പതോളം പേരാണ് അഡ്മിറ്റഡ് ആകുന്നത് ഇതിൽ അവര് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒന്നര മാസത്തേക്ക് മാക്സിമം ഒരു ടു മന്ത്സ് ഒക്കെയാണ് ഇവര് അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ ഇതില് ആദ്യത്തെ വന്ന ഉടനെ ഒരു രണ്ടാഴ്ചത്തോളം ഇവര് ഫുള്ളി മെഡിക്കൽ കെയർ ആണ് അതിനുശേഷം ഇപ്പൊ അവർ പുതിയത് ചെയ്യുന്നത് ഒരു ഈ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞ ഒരു ഫുൾ പാക്ക് പ്രോഗ്രാം ആണ് അപ്പൊ അതില് ഏത് മതമായാലും അവർ ചെയ്യുന്നത് അവർക്ക് തുറന്നു പറയാനായിട്ടുള്ളത് അതിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു ഇത് വന്നാലുള്ള ഭവിഷ്യത്തുകൾ ഇത് വരുത്തിയിട്ടുള്ള ഫാമിലിയുടെ പ്രശ്ന പ്രശ്നങ്ങൾ ദെൻ അവരുടെ തന്നെ ഹെൽത്ത് പ്രശ്നങ്ങൾ ജോബ് പ്രശ്നങ്ങൾ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ അവരെ അവെയർ ആക്കുന്നു ഒപ്പം തന്നെ ഒരു സ്പിരിച്വൽ അപ്രോച്ച് അവർക്ക് കൊടുക്കുന്നു ഫെയ്ത്ത് റിലേറ്റഡ് ഉള്ള ഇതിൽ ഹൈ ഉള്ള ആളുകളാണെങ്കിൽ അതൊരു പോസിറ്റീവ് ഇഫക്റ്റ് ആണ് പിന്നെ അവർക്ക് ചിലവർക്ക് ഭയങ്കര വിഷമമാണ് ഇങ്ങനെ വെട്ടു വെട്ടുപോയതൊക്കെ പിന്നെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കോ വർക്കേഴ്സിന്റെ ഇൻഫ്ലുവൻസിന്റെ ഒക്കെ നെഗറ്റീവ് ഇമ്പാക്ട് ഇത് പഠിപ്പിക്കുന്നു എക്സ്ക്യൂസ് മീ എനിക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു ഇത് നമ്മളിപ്പോ നിൽക്കുന്നത് യൂണിറ്റ് ബ്ലോക്ക് നമ്പർ ത്രീ നമ്മൾ എച്ച് ഐ വിയിലാണ് നിൽക്കുന്നത് എച്ച് ഐ വി അതിൽ നിന്ന് അത് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് substance abuse next I think twelve okay okay thank you sister thank you so ഇത് ഇവിടെ നെസ്റ്റ് എന്ന് പറയുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മിക്ക എ ഗ്രൂപ്പുകാർ ഇവരിൽ നിന്ന് കം ഔട്ട് ചെയ്യുന്ന സപ്പോർട്ടീവ് ഗ്രൂപ്പ്സ് ഉണ്ട് അപ്പോൾ ഇത് ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഇവരെ തന്നെയാണ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ട വേദനാജനകമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ വരുന്ന ഇപ്പൊ ഈ നെസ്റ്റില് നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്നതില് അവര് ഞാൻ അന്വേഷിച്ചപ്പോൾ കേട്ടതനുസരിച്ച് ഈ വരുന്നതില് മെജോറിറ്റി അതായത് ഒരു ഏവറേജിന് എബോവ് ആയിട്ടുള്ളത് വെരി യങ് പീപ്പിളാണ് വെരി യങ് എന്ന് പറയണത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിലുള്ളവരാണ് ഈ പറയുന്ന ഡ്രഗ് അഡിക്ഷനിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്ന ആളുകൾ അപ്പൊ ഇതിൻ്റെ ഒരു റിയൽ ഏജൻസ് അല്ലെങ്കിൽ ഈ ഡ്രഗ് ഡ്രഗ് മാഫിയ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു റിയൽ ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നിങ്ങൾ പേപ്പറുകളിലൊക്കെ വായിക്കുവാണെങ്കിൽ അറിയാം മെജോറിറ്റിക്ക് എടുക്കുന്നത് ഒരു സെവൻറ്റീൻ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് കാരണം അവരെ പിടിച്ചാലും ലീഗലി പോകാതിരിക്കാൻ പാകത്തിൽ ഉള്ള കുട്ടികളെയാണ് അവർ ചൂസ് ചെയ്യുന്നത് പക്ഷേ ഈ കുട്ടികൾ ഒരു പരിധി കഴിയുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ആൽക്കഹോൾ പിന്നെയും നിർത്താൻ കുഴപ്പമില്ല അതിന് പിന്നെയും ഒരു ഒരു എളുപ്പമുണ്ട് നമ്മൾ ഇന്റർവെൻഷൻസ് ഒക്കെ കൊടുത്താൽ അതിൽ നിന്ന് കം ഔട്ട് ചെയ്യാൻ പക്ഷെ ഡ്രഗ് ആണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു അഡിക്ഷനിൽ നിന്ന് ഇവരെ ഒന്ന് കയറ്റിക്കൊണ്ടു പോരാനായിട്ട് കയറ്റിക്കൊണ്ടു പോന്നാലും ചിലപ്പോൾ അവർ നിസ്സഹായരാണ് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇഫക്റ്റ് ബ്രെയിൻ ഇഫക്റ്റ് കൊണ്ട് തന്നെ അതിലേക്ക് വീണ്ടും വീണു പോകുന്ന ഒരു അവസ്ഥാ വിശേഷങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ഞാൻ സ്ഥലം പറയുന്നില്ല ഈ അടുത്ത പ്രദേശത്ത് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പിടിച്ചത് പന്ത്രണ്ട് കുട്ടികളെയാണ് ഡ്രഗ് കാരിയർ ആയിട്ടും യൂസിങ് ആയിട്ടൊക്കെ പിടിച്ചിരിക്കുന്നത് അപ്പോ ഈ ഇതൊരു സ്കൂളിലത്തെ കഥയാണെങ്കിൽ ഈ കുട്ടികളെ യൂസ് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പ് തന്നെ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതും ഇതൊരു മണി മേക്കിംഗ് പ്രോജക്റ്റ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അത് വളരെ ഒരു ഡൗട്ട്ഫുൾ ആണ് കാരണം എന്തിനാണ് ഇത്രയും ചെറിയ കുട്ടികളിൽ ഇത്രയും മിനിമം ലെവലിൽ പൈസയില് ഇതെത്തിക്കുന്നേ എന്നുള്ളതിൻ്റെ ഉദ്ദേശശുദ്ധിയൊക്കെ റിസർച്ച് ചെയ്യേണ്ടതും കണ്ടെത്തേണ്ടതും അതല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതു ആയ ഒരു കാലഘട്ടമാണ് ഇപ്പോ നിലനിൽക്കുന്നത് നിങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവരാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം യങ്സ്റ്റേഴ്സിന്റെ ഇടയിലെ ഡ്രഗ് മാഫിയ അതായത് നിങ്ങളിപ്പോൾ ഈ അടുത്തൊക്കെ പിടിച്ചിരിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനേഴ് വയസ്സുള്ള കുട്ടികൾ പതിനാറ് വയസ്സുള്ള കുട്ടികൾ mainly plus one plus two it's a very dangerous time ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിടുന്നത് എബവ് എയ്റ്റീൻ അല്ലെങ്കിൽ ട്വന്റി വണ്ണിന് ശേഷമുള്ളവരെയാണ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ബാക്കിയുള്ള കുട്ടികൾ എന്ന് പറയുന്നവരെ ഹോസ്പിറ്റലൈസേഷൻ ആണ് അവർ നടത്തുന്നത് അപ്പം ഇത് ഒരു വലിയൊരു ഇന്നിൻ്റെ ഒരു ഈവിളാണ് അല്ലെങ്കിൽ ഒരു തിന്മയാണ് എന്ന് എന്നുള്ളതും നമുക്ക് ചുറ്റുമാണിത് നടക്കുന്നേ എന്നുള്ളതും കൗൺസിലേഴ്സായ നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു വസ്തുതയാണ് so how to protect this one അതിനു മുൻപ് ഇതിന്റെ ഒരു റിയൽ ഇൻവെസ്റ്റിഗേഷൻ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ പറയാനുള്ളത് any other comments from the group your knowledge or experience or your ചിലത് വായിച്ചിട്ടുള്ളതായിരിക്കാം എനിത്തിങ് എൽസ് ആ സിസ്റ്റർ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന കൊച്ചിനില് അപ്പം ഇതുപോലെ ഒരു കേസ് ഞാൻ ഒരു ലെവൻത്തിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ ഞാൻ പിടിച്ചിരുന്നു കാരണം ക്ലാസ്സിൽ അവൻ ഇരിക്കുമ്പോൾ പലപ്പോഴും എനിക്കതൊരു ഒരു ഒരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ടും നമ്മൾ ക്ലാസ് പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പഠിപ്പിക്കുകയല്ല ചെയ്യണത് ഇൻട്രാക്ഷൻ ആണ് നമ്മളവിടെ ചെയ്യണത് ഒട്ടും ഇൻട്രാക്റ്റീവ് അല്ലാത്ത ഒരാളായിരുന്നു അപ്പൊ ഞാനിത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ പാരൻസിനെ വിളിച്ചിട്ട് കൺവേ ചെയ്യുമ്പോൾ ദേ ആർ നോട്ട് അക്സെപ്റ്റിംഗ് എൻ്റെ കുട്ടി അങ്ങനെയല്ല എൻ്റെ കുട്ടി ഓൾറെഡി ഷൈ ആണ് സോ അതുകൊണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്യാനേ റെഡിയല്ല പിന്നീട് അത് ഞാൻ പ്രിൻസിപ്പൾ വഴി ഞാൻ സംസാരിച്ചപ്പോഴും അവർ ആരോടും പറയരുത് ഞങ്ങൾ അവനെ സ്കൂൾ മാറ്റിക്കോളാം ഇത് ട്രീറ്റ് ചെയ്യാനല്ല അവർ നിൽക്കണത് അവൻ നിന്ന് മാറ്റിക്കോളാം നിങ്ങൾ ആരോടും പറയരുത് ആരോടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങൾ സ്കൂൾ മാറ്റിക്കോളാം അപ്പോൾ ഇവിടെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു പ്രോബ്ലം ഉണ്ട് കാരണം അവർ റെഡിയല്ല അത് മനസ്സിലാക്കാനായിട്ടും അവരുടെ കുട്ടി ഈ ലെവലിലാണ് പോണത് എന്നും പക്ഷെ അവര് പറയണത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നണതാണ് എന്നുള്ള ലെവലിലായിരുന്നു ടോക്ക് പിന്നെ കുറെ പറഞ്ഞ് ഇതാണ് സിസ്റ്റം അവന്റെ മറ്റേ പോലീസ് കേസ് ആവും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വേറൊരു സൈക്കാട്രിക് സൈക്കാട്രിസ്റ്റ് വഴിയാണ് ഇവരത് അക്സെപ്റ്റ് ചെയ്യാൻ വരെ റെഡി ആയത് കാരണം ഞാനൊരു ജൂനിയർ ആണ് അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്തതാണെന്ന് വരെ എന്നെ പറഞ്ഞു okay whatever it be എനിക്കത് പ്രശ്നമില്ല കാരണം എനിക്ക് ആ കുട്ടീനെ അതിൽ നിന്ന് മാറ്റണം എന്ന് എനിക്കുണ്ടായുള്ളൂ പക്ഷെ അത്രയും എഫേർട്ട് എടുക്കേണ്ടി വന്നു അവരത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അത് ഞാൻ എഗ്രി ചെയ്യുന്നു നമ്മൾ പാരൻസിനെ വിളിച്ചാൽ അവർ പാരൻസ് കൺവിൻസ്ഡ് അല്ല കാരണം ഞങ്ങളുടെ കുട്ടികൾ എന്നാണ് അവർ പറയുന്നത് കുട്ടികൾ ഞാനൊരു ഒരു plus one plus two mixed സ്കൂളിൽ ഞാൻ ക്ലാസ്സിന് ചെന്നപ്പോൾ ഞാൻ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി വെള്ളടിച്ചിട്ടാണോ വണ്ടി ഓടിക്കണേ എന്നറിയാൻ വേണ്ടി ഊതിക്കും ഒരു സംഗതി ഊതിക്കും ആ ഒരു മിഷനാണ് ആ ഒരു സ്കൂളിൽ വാങ്ങി വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ അവിടുത്തെ പ്രിൻസിപ്പളിനോട് ചോദിച്ചു സിസ്റ്റർ ഇത് എന്താ ഇത് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ പറയാം എൻ്റെ സിസ്റ്റർ ഇവിടെ ഒന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണില്ല എന്ത് ചെയ്താലും പിടിക്കാൻ പറ്റണില്ല അപ്പൊ ഞാൻ ഇങ്ങനെയെങ്കിലും പിടിക്കട്ടെ അങ്ങനെ പിടിച്ചതില് മൂന്ന് പെൺകുട്ടികളെയും അതായത് ഞാൻ ചെല്ലണേൻ്റെ രണ്ടു ദിവസം മുൻപാണ് ഈ വെറുതെ ഒരു തമാശക്കാണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് തമാശയല്ല അവിടെ നിന്ന് പിടിച്ചിരിക്കുന്നത് മൂന്ന് പെൺകുട്ടികളെയാണ് ഞാനിപ്പോ ഈ പറ മൂന്ന് പെൺകുട്ടികളെ രണ്ട് ആൺകുട്ടികളെയും ഞാൻ ഈ പറയണ നെസ്റ്റിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ വിളി വന്നിരിക്കുന്നത് ആൺകുട്ടികളെ മാത്രമേ അല്ലെങ്കിൽ ആണുങ്ങളെ മാത്രമേ നിർത്തുള്ളൂ അപ്പൊ എനിക്ക് ഇവിടേക്ക് വിളി വന്നിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ഷോർട്ട് സ്റ്റേ ഉണ്ടെന്ന് കേട്ടു അപ്പൊ അതുകൊണ്ട് ഡ്രഗ് അഡിക്റ്റ് ആയ പെൺകുട്ടികളെ മാറ്റി താമസിപ്പിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ ഏത് അതവർക്ക് ഹൗസസ് കുറവാണ് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്യോ എന്ന് ചോദിച്ചിട്ടുള്ള വിളിയാണ് സോ ഞാൻ ഇത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നുള്ള എന്നുള്ളതല്ല ടീച്ചർ പറഞ്ഞതുപോലെ ഇതിന്റെ ഗൗരവമാണ് കാരണം ഇത് ഒരിക്കലെടുത്താൽ അതിന്റെ ഇമ്പാക്റ്റ് വളരെ പ്രോഗ്രസീവ് ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ എത്ര നാളെടുക്കും എന്നുള്ളത് ഒരു വലിയ ചിന്തയാണ് ദെൻ നമ്മൾ പറയണത് ഇത് എങ്ങനെ കുട്ടികളിൽ ഇത്രമാത്രം വരുന്നു എന്നുള്ള ഒരു ഒരു ഇതിന് പുറകിലുള്ള മെയിൻ ഹോൾഡേഴ്സ് ആരെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു വലിയ ദൗത്യം ഇന്നത്തെ ലീഗൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സൊസൈറ്റിക്ക് ഉണ്ട് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നപ്പോൾ ആ പെങ്കൊച്ച് ഒരു ഒൻപതാം ക്ലാസ്സേ ആയിട്ടുള്ളൂ പക്ഷെ ഈ പെങ്കൊച്ചിന്റെ വീട്ടില് ഒരു ആൺകുട്ടി ഒരു അഞ്ചാറ് പ്രാവശ്യമായി വരുന്നു എന്ന് പറയണു അവളുടെ ഒരു ലവർ എന്നാണ് പറയണേ അപ്പോ ഈ അഞ്ചാമത്തെ പ്രാവശ്യം വന്നതാണ് പാരൻസ് കണ്ടിട്ടുള്ളൂ പട്ടാപ്പകല് രാവിലെ നല്ലൊരു ഹൈവേയിലുള്ള ഒരു വീട്ടില് മൂന്ന് മക്കളാണ് അവരുള്ളത് ഈ കുട്ടി മൂത്ത ചേച്ചി പുറത്ത് പഠിക്കുന്നു താഴെയുള്ള കുട്ടി ഒരു നാല് വയസ്സ് ഒത്തിരി ഗ്യാപ്പ് ഉണ്ട് ഇവള് ഒൻപതാം ക്ലാസ് അപ്പോ അമ്മ ടീച്ചറാണ് അപ്പനൊരു സ്റ്റേഷനറി കട അവിടെ അപ്പുറത്തുണ്ട് ഇത്രയൊക്കെ ഉള്ളതിലേക്ക് അപ്പാപ്പൻ അമ്മാമ്മ ഇങ്ങനെ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ ആ വീട്ടിൽ ഉണ്ടായിരിക്കെ ഈ ഒരു ചെറുക്കനെ കയറ്റിക്കൊണ്ട് വരണമെങ്കിൽ ഈ ചെറുക്കൻ കയറി വരണമെങ്കിൽ അത്യാവശ്യം ധൈര്യം വേണം പക്ഷെ ഇതിലെ ലാസ്റ്റ് അഞ്ചാമത്തെ പ്രാവശ്യം ഈ ചെറുക്കനെ ഈ വീട്ടില് രാവിലെ ഒരു മൂന്ന് മണി നേരത്ത് ഒരു ഒരു ഉച്ച മൂന്ന് മണി നേരത്ത് ഈ ചെറുക്കനെ വീട്ടിൽ കാണുമ്പോൾ അമ്മ പേടിച്ചു പെങ്കൊച്ചിന്റെ അമ്മ പെങ്കൊച്ചിന്റെ വീട്ടിലാണ് ഈ ചെറുക്കൻ കാണുന്നത് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സേ ഈ ചെറുക്കനുള്ളൂ പെൺകുട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒൻപതാം ക്ലാസ് ഇതില് ഈ ചെറുക്കൻ മുറിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു ബോധവും ഈ ചെറുക്കനില്ല അത്രയ്ക്കും ഡ്രഗ് യൂസ് ചെയ്തിട്ടാണ് ഈ ചെറുക്കൻ ഈ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നത് അമ്മ സ്ക്രീം ചെയ്തു ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി പേടിച്ച് അലറി അങ്ങനെ പെങ്കൊച്ചിനെ പിടിച്ച് അടിക്കലും ബഹളം ഒക്കെ വെക്കുന്നുണ്ടെങ്കിലും ഒരു മായാലോകത്ത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുക്കൻ എന്നത് കേസാണ് പക്ഷെ ഈ ഒരു അവസ്ഥാവിശേഷം നമ്മുടെയൊക്കെ മക്കൾക്കും വീടുകളിലും വരാം ഇതാണ് ഇവരുടെ വലിയ ലവറൊക്കെ ആയിട്ട് കാണുന്നത് ഇപ്പൊ പിടിച്ചിട്ടുള്ള രണ്ട് മൂന്ന് കേസുകളിൽ ഇവർ ടാർജറ്റ് ചെയ്യുന്ന പെൺകുട്ടികള് അതേപോലെ ഇതൊരു ഹാം ആക്ടിവിറ്റിയാണ് ഇതിലൂടെ നശ നഷ്ടപ്പെടുന്ന ചില ജീവിത രീതികള് അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് വളരെ വളരെ യൂസ്ഡ് ആയിട്ട് കാണുന്നു ഇവനോട് ചോദിച്ചു കുറച്ചു നേരം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവന് യാതൊരു ഓർമ്മയും ഇല്ല പിന്നെ ഒരു കുറച്ച് നേരം ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീട്ടിലായിരുന്നിരുന്നില്ല അങ്ങോട്ട് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അത്രയ്ക്കും ഒരു കോൺഷ്യസ് സ്റ്റേജ് മാറിയിട്ടാണ് ഒരു വേറൊരു വീട്ടിൽ വന്ന് ഇരിക്കുന്നതും ചെയ്യുന്നതും ഒക്കെയായ കാര്യങ്ങൾ ഞാൻ അതിലേക്ക് പോകുന്ന പെൺകുട്ടികളുടെ ലൈഫ് വേറെ ഞാൻ അത് യൂസ് ചെയ്യുന്ന പെൺകുട്ടികളുടെ ലൈഫ് വേറെ ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി രീതികൾ ഇന്നത്തെ specially plus one plus two high school സെക്ഷൻ്റെ ഉള്ളിൽ ഈവൺ എജു സ്കൂൾ ലൈഫ് ഉണ്ടായിട്ട് കൂടിയും ടീച്ചേഴ്സിനോ പാരൻസിനോ ഇത് ഫോക്കസ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റുന്നില്ല എന്നുള്ളതും കുട്ടികൾ ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇവിടെ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തത് ഞാൻ എവിടെയാണ് ഇത് വെക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഓട്ടോമാറ്റിക്കലി വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്നെങ്കിൽ ഒരു സ്പ്രേ മോഡല് അല്ലെങ്കിൽ നഖം അങ്ങനെയൊക്കെയുള്ള ചില രീതികൾ ഇനി ഒന്നും കിട്ടണില്ല ഇവർക്കൊരു ചെറിയൊരു പീസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൂ എങ്കിൽ ഈ ബാത്റൂമിൽ പോകുന്ന എവിടെയെങ്കിലും ഇവർ വെക്കും അവർക്കറിയാം അത് എവിടെയാണ് വെക്കണേ എന്നുള്ളത് ഇവരിടയ്ക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞ് പോകുന്നു അവർ പോകുന്നത് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമൊന്നുമല്ല ഇത് യൂസ് ചെയ്യുന്നു തിരിച്ച് വളരെ കൂളായിട്ട് വരുന്നു ഇവർ ക്ലാസ്സിൽ ഇരിക്കണ കാണുമ്പോൾ നമുക്ക് ഇവരുടെ കണ്ണും രീതികളും വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ഇന്ററാക്ഷൻസ് കുറവുള്ള ടീച്ചേഴ്സിന് ചിലപ്പോൾ അതും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തിരിയുക ഒരു ദിവസം ഇവിടെ വന്നൊരു ചെറുക്കൻ അവൻ റിക്കവറിങ് സ്റ്റേജ് ആണ് അപ്പോൾ അവനെല്ലാം നിർത്താൻ പ്ലാൻ ചെയ്ത് സ്വന്തമായിട്ട് ഒരു വേറൊരു ട്രാജഡി കിട്ടിയപ്പോൾ ഇതെല്ലാം നിർത്താൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാത്തിൽ നിന്നൊരു ഒരു വെന്റിലേറ്റ് ചെയ്ത് പുറത്തേക്ക് വരാനൊക്കെ ആഗ്രഹിച്ചു നിർത്തി ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇവന് ഇവനെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം ഇത് ശരീരത്തിൽ ബോഡിയിൽ ബ്ലഡിലൊക്കെ അത്രയും അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അപ്പൊ ഇവന് തന്നെ ഭയങ്കര തലയൊക്കെ ഇങ്ങനെ പെരുത്ത് ഭയങ്കര തലയ്ക്ക് തലയ്ക്കാണ് അതിൻ്റെ ഒരു അസ്വസ്ഥത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാം ആ തല ഭയങ്കരമായി കഴിഞ്ഞപ്പോൾ ഇവൻ എന്താ ചെയ്തെന്ന് വെച്ചാല് നമുക്കിങ്ങനെ വലിയ ഒരു കാന്താരി മുളക് എന്നൊക്കെ ഞങ്ങളുടെ ഇവിടെ പറയും വലിയ മുളക് നമുക്ക് ഭയങ്കര മത്തങ്ങ പോലത്തെ ഒരു മുളക് ആ മുളകിന് ഭയങ്കര എരിവാണ് നമ്മൾ കറിയിലൊക്കെ ഇട്ട ഈ മുളകിന്റെ ഒരു പീസാണ് ഇവൻ സ്ഥിരം വെക്കുന്ന ഈ ചുണ്ടിന്റെ ഉള്ളിലായിട്ട് ഇവൻ വെച്ചിട്ട് ഇവിടെ എന്നെ കാണാൻ വന്നത് അപ്പൊ കാണാൻ വന്നപ്പോ സിസ്റ്റർ ഞാൻ എല്ലാം നിർത്തി പക്ഷെ എന്റെ തല ശരിയാവുന്നില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് സ്റ്റിറോയിഡ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യാണ് അപ്പൊ അവിടെ അതിന്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു മുളകിന്റെ ഇഫക്റ്റ് നമുക്കത് കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും കാരണം അത്രയും ഇതെങ്ങനെയാ അത് അവിടെ ഇരിക്കണേന്ന് വെച്ചാൽ പക്ഷെ അവനത് എരുവല്ല അവനെ സംബന്ധിച്ച് അതൊരു ആശ്വാസമാണ് തലയ്ക്ക് ഇത് ഈ കൊച്ചിനെയാണ് ഇപ്പൊ ഞാൻ നെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ടാവും വളരെ നല്ലൊരു രീതിയിലാണ് കയറി പോന്നിരിക്കുന്നത് പക്ഷെ ഇവനെ ഒരു സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസ് മാത്രമല്ല ഇവന് ഓട്ടോമാറ്റിക്കലി ട്രീറ്റ്മെന്റും മെഡിക്കേഷനും ഒക്കെ കൊടുത്തിട്ടാണ് ഇവനെ റിക്കവർ ചെയ്ത് ഇപ്പൊ ഒരു നോർമൽ പേസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ഇത്തരം കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളതും അവരെ അതിൽ നിന്ന് സേവ് ആക്കുക എന്നുള്ളതും ഒപ്പം തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് റിക്കവറി റിക്കവറി സ്റ്റേജിലേക്ക് അവർ വില്ലിംഗ് ആയിട്ട് വരിക തന്നെ വേണം അതല്ലെങ്കിൽ അത്ര എളുപ്പമല്ല അതിൽ നിന്ന് കൂട്ടി കയറ്റി കൊണ്ടുവരാനായിട്ട് ഞാനിപ്പോ ഒരു മാരീഡ് കല്യാണം കഴിഞ്ഞ ഒരു കപ്പിളിനെ അയാൾ സ്ഥിരം നിക്കോട്ടിൻ യൂസ് ചെയ്യുന്നതാണ് പക്ഷെ അത് ഭാര്യേനെ തല്ലാണ് കണ്ടമാനം തല്ല് അപ്പൊ ചോദിച്ചു പിടിച്ചു വന്നപ്പോ നന്നായി കുടിക്കും ഒരു ദിവസം പതിനഞ്ച് പ്രാവശ്യം അത് അയാളുടെ കുറവാണ് തീരെ കുറഞ്ഞതാണ് ഇപ്പൊ തീരെ കുറഞ്ഞു എന്നാണ് ആൾ പറയുന്നത് പതിനഞ്ച് പ്രാവശ്യം നിക്കോട്ടിൻ വെക്കും അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കൂ എന്ന് പറഞ്ഞപ്പോ ഭാര്യ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞത് കുടി പിന്നെ നിൽക്കും സിസ്റ്ററെ പക്ഷെ ഈ വെപ്പ് നിൽക്കല് പക്ഷെ അയാൾക്ക് വെക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഇപ്പൊ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാനായിട്ടുള്ള പ്ലാനിങ് ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവരെ കണ്ടിന്യൂസ്ലി നമ്മൾ വിളിക്കുന്നു കാണുന്നു ചോദിക്കുന്നു ഈവൻ നമ്മൾ അടിക്കരുത് ബഹളം വെക്കരുത് എന്ന് പറഞ്ഞാലും ഈ ഒരു ഡ്രഗ് അവരെ ഹൈലി എറോഗൻ്റ് ആക്കും ദേഷ്യം പിടിപ്പിക്കും അല്ലെങ്കിൽ സ്റ്റബേൺ മൈൻഡിലേക്ക് കൊണ്ടുവരും എന്നുള്ള വിശേഷങ്ങളാണ് ഫാമിലിയിലായാലും കുട്ടികളുടെ ഇടയിലായാലും അവരുടെ ഡീലിങ്സിലൊക്കെ വളരെ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും ഈവൻ ഇത് അടിച്ചിരിക്കുന്ന കുട്ടികൾ ഡ്രഗ് എടുത്തിരിക്കുന്ന കുട്ടികളുടെ സംസാര രീതികൾ നോട്ടം അവരുടെ ചില എക്സ്പ്രഷൻസ് നമ്മളോട് പറയുന്ന സംസാര ടോണുകൾ ഒക്കെ കേട്ട ഒരു പരിധി വരെ എന്തോ സംതിങ് റോങ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും പക്ഷെ അത്രയും നമ്മൾ അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കണം എന്ന് മാത്രം എനി അതർ കമന്റ്സ് എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് ഓഡിബിൾ കേട്ടില്ല കേട്ടില്ല മാം കേക്കാമോ ആ കേക്കാം പറഞ്ഞോളൂ അല്ല എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ ഞാൻ കേട്ടുള്ളത് ഇതിനെ പറ്റി ഇതിന് ഡ്രഗ് അഡിക്ഷൻ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ ഭയങ്കര വീക്കാണ് എന്നുവെച്ചാൽ ഒരാളുടെ കയ്യിൽ എത്രയോ ഗ്രാമിന് എത്രയോ ക്വാണ്ടിറ്റി അതിന് എന്തോ ശിക്ഷയുള്ളതോ എന്തോ ജാമ്യമായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ഇത് വീക്കായിട്ടുള്ള നിയമമാണ് പിന്നെ അതുകൊണ്ട് പലരും അത് അതിൽ രക്ഷപ്പെടും പിന്നെ ഇതിന് ഭയങ്കര പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഈ ഡ്രഗ്സ് ഇങ്ങനെ വളർന്നു വരുന്നത് ഈ കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല അവരെ ട്രാപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഒരു പ്രാവശ്യം ഒരു രസത്തിന് ഒന്ന് അടിച്ചു നോക്കാന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ അഡിക്റ്റ് ആയി പോകുന്നതെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി അപ്പം അപ്പൊ അതൊരു അവയർനെസ് കൊടുക്കണം എനിക്ക് തോന്നുന്നു ഒറ്റ പ്രാവശ്യം എടുത്താൽ തന്നെ അപകടമാണെന്നുള്ളൊരു ബോധം മനുഷ്യർക്കുണ്ടായി പിന്നെ അത് എക്സ്പെരിമെന്റ് ചെയ്യാൻ തന്നെ നിൽക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതില് അവയർനെസ് എന്ന് പറയുന്നത് നേരത്തെ ടീച്ചർ പറഞ്ഞായിരുന്നു ഒരു പാരന്റും തങ്ങളുടെ കുട്ടികൾ ഈ ഒരു ഏജില് ഡ്രഗ് എടുക്കും എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ കഴിഞ്ഞ ഒരു പ്ലസ് വൺ പ്ലസ് ടു സ്കൂളിൽ ഞാൻ പറഞ്ഞു ഈ ഊദിക്കണ സ്കൂള് സ്കൂൾ അവർ ചെയ്തത് എന്താന്ന് വെച്ചാല് ഈവൺ മൊബൈൽ ഇവര് പുറത്തു പോയപ്പോ യൂ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല ഒരു ഉദാഹരണം പറയാം മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല സ്കൂളിൽ അപ്പൊ ആ കുട്ടികൾ മൊബൈൽ കൊണ്ടുവന്നത് ആ അന്നത്തെ ദിവസം അതിലെടുത്ത ക്യാപ്ചറിങ് വീഡിയോസ് ഒക്കെ അറിയാതെ ലീഗലി സൈബർ വഴിക്ക് റിട്രൈവ് ചെയ്തിട്ടാണ് പാരൻസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ കുട്ടികൾ പറയുന്നതല്ല ചെയ്യുന്നത് എന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഒരു പ്രൂഫാണ് ഇന്നത്തെ സ്കൂളുകൾ തപ്പുന്നതെങ്കിൽ അത്ര എളുപ്പമല്ല പാരൻസിനെ ഈ ഒരു സാധനം ഇത്രയും ചെറിയൊരു സാധനം കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിപ്പോ നിങ്ങളുടെ കുട്ടികൾ ഒരു ഡ്രഗ് മാഫിയയിലുണ്ട് അല്ലെങ്കിൽ അവർ ഡ്രഗ് എടുക്കുന്നത് എന്തൊക്കെ നേരിട്ട് പറയണമെങ്കിൽ ചിലപ്പോൾ നമ്മളെ അവർ കൊടുക്കും കാരണം അത്രയും ഇന്നത്തെ കാലഘട്ടത്തിന് പവർ ഉണ്ട് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്നൊക്കെ പറയുമ്പോൾ പേരൻസിന് എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാ സ്കൂൾസും ക്ലാസ്സുകളൊക്കെ ഇഷ്ടം പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിലൊന്നും എൻ്റെ കുട്ടി പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പേരൻസ് പൊതുവെ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിലേക്കാളും കുറച്ചും കൂടിയും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വെച്ച് ഈവൻ കേരളത്തിന്റെ ഒരു നോമും റീജിയണൽ വൈസിലുള്ള ഇതിന്റെ ഇൻഫ്ലുവൻസൊക്കെ ഒക്കെ ക്ലിയർ കട്ടായിട്ട് ഏതെങ്കിലും ലീഗൽ അതോറിറ്റി ഇത് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടി പിന്നെ ഇതിന്റെ ഒരു ഇത് പങ്കുവയ്ക്കുന്നത് ഇത് കൂടിയിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ അതായത് ആളുകളൊക്കെ കൂടുന്ന ചില ഏരിയകളുണ്ട് ചില കടകളുണ്ട് അവർക്കൊക്കെ ഇതിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോ ഈവൻ ഞങ്ങളുടെ ഇവിടെ ഇവിടെ ഇവിടെ കുറച്ച് പിള്ളേർ കളിക്കാൻ വരും കളിക്കാൻ വരുമ്പോൾ ഇവിടത്തെ രണ്ട് മൂന്ന് കുട്ടികൾ അവിടെ കളിക്കാൻ പോകും ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി ഇവരുടെ ഇടയിൽ ഇത് പാസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്ന് പിള്ളേരെ കളിക്കാൻ വിടുമ്പോൾ സൂക്ഷിച്ചോളൂ എന്ന് പറയുന്ന ഇൻഫോർമേഷൻസ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനെ കെയർ ചെയ്യുന്ന പാരൻസ് എന്തുമാത്രം ഉണ്ട് പിന്നെ ഇതിന് ലീഗൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിനെ ലോ ബേസ്ഡ് ആണ് അതുകൊണ്ടാണ് ഇവർ കുട്ടികളെ യൂസ് ചെയ്യുന്നത് മുതിർന്നവരെ ഇത് പിടിച്ചാൽ വളരെ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ ഭവിഷ്യത്ത് കുറവുള്ള ഈ കുട്ടികളെ ഇതിന് വെക്കുന്നത് പക്ഷെ കുട്ടികളെ ഒരു പരിധി കഴിയുമ്പോൾ അവർക്ക് ജാമ്യം പരിപാടിയൊക്കെ കൊടുത്ത് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ ഇതിന്റെ നെഗറ്റീവ് ഇഫക്റ്റ് അറിഞ്ഞിട്ടല്ല ഇതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് പിന്നെ ഇതിലേക്ക് വരുന്നത് ആരോ എന്തോ പറയാൻ വന്നായിരുന്നു നിങ്ങളുടെ ഇടയിൽ നിന്ന് സിസ്റ്റർ സിസ്റ്റർ ആൽഫി വരികയാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രാക്ടിക്കൽ പ്രാക്ടിക്കലിന് വേണ്ടി ഒരു കൗൺസിലിംഗ് നടത്തിയപ്പോ ഒരു കുട്ടി അവൻ തന്നെത്താൻ പറഞ്ഞാണ് അപ്പൻ ഇങ്ങനെ കൊണ്ടുവന്നു അപ്പ യൂസ് ചെയ്യും അപ്പൊ അപ്പൻ കൊണ്ടുവന്ന് വെക്കണ പാക്കറ്റിൽ നിന്ന് എടുത്ത് ഇവനത് അമ്പത് രൂപയ്ക്കൊക്കെ ഇച്ചിരി ഇച്ചിരിയൊക്കെ കൊടുത്തു അങ്ങനെ അവൻ സമ്മതിച്ചു ഇങ്ങനെ പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ അതിന്റെ അവസാനം പറയാണ് സിസ്റ്റർ ഇപ്പൊ ഇപ്പൊ പോലും സിസ്റ്റർ ഞാനുമായി ബന്ധപ്പെട്ട ആളുകളുടെ നോട്ടത്തിലായിരിക്കും എനിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്റെ ക്ലാസ്സിലെ കുട്ടികളും അവൻ ഇതിക്കും പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ എന്നോട് പറയാം സിസ്റ്റത്തിന്റെ ഇതിന്റെ പുറത്തൊരു ആക്ഷൻ എടുക്കുക ഇതേക്കുറിച്ച് ഇനി ആരോടും സംസാരിക്കുക ചെയ്യരുത് കാരണം എന്നേക്കാളൊക്കെ പത്തിരട്ടി ബുദ്ധി കൂർമ്മതയുള്ള ആളുകളാണ് ഈ സാധനങ്ങൾ വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നവര് അപ്പൊ എന്റെ അപ്പൻ വഴി എനിക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം പോലും അവര് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തില് അവരൊക്കെ ട്രാപ്പ് ചെയ്യുന്നു നമുക്ക് മനസ്സിലാവും തീർച്ചയാണ് ഓക്കെ ഇത് വളരെ വലിയൊരു ട്രാപ്പാണ് നിങ്ങളിത് കുട്ടികളോട് ചോദിച്ചാൽ അവരൊരിക്കലും ഇത് ആരിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് അവർക്ക് നേരിട്ട് അറിയില്ല ഇത് നമ്മൾ ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ചേട്ടൻ സൈക്കിളിൽ പോകും ആ ചേട്ടൻ കൊണ്ടുവന്നു വരും പക്ഷെ അത് ആ ചേട്ടന്റെ അല്ല ആ ചേട്ടൻ ഒരു തേർഡോ ഫോർത്തോ മീഡിയേറ്റർ ആണ് അപ്പൊ ആ ചെ കൊണ്ടുവരുന്ന ചേട്ടനെ ഇതെന്താന്നുള്ളത് മനസ്സിലായിട്ടല്ല തരുന്നത് പക്ഷെ ആ ചേട്ടനല്ല എന്നുള്ളത് ഇവർക്കറിയാം അങ്ങനെ ഇതിന്റെ റിയൽ മീഡിയേറ്റേഴ്സ് ആരാന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ഡിറക്ട്ലി അത്രയും ഇവരെ ഹൈ വിജിലന്റ് ഒബ്സർവേഷനൊക്കെ ഇട്ടിട്ടാണ് ഇവരെ പിടിക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ പുറകിൽ പോകുകയാണെങ്കിൽ നമ്മളും നമ്മളും അവരുടെ ഒരു ട്രാക്കില് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമുള്ള പ്രോസസ്സ് അല്ല ഇത് പിടിക്കുക എന്നതിനേക്കാൾ ഇതിൻ്റെ ഒരു അവയർനെസ് ഇതിൻ്റെ ഒരു security the live cameras the schools teachers responsibility കുട്ടികളെ സ്ഥിരം കാണുന്ന മോഡ് ഓപ്പൺനെസ് കുട്ടികളോട് സംസാരിക്കുന്നത് ട്രസ്റ്റ് ഇതിലൂടെയെല്ലാം കുട്ടികളുടെ രീതിയാണ് കുട്ടികളെ നമുക്ക് അറ്റ്ലീസ്റ്റ് ചിൽഡ്രൺ എന്ന് പറയുന്ന സൊസൈറ്റിയെ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്കൂൾ ഫാമിലി സിസ്റ്റത്തെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് മാത്രമേ ഇതിലുള്ളൂ ആസ് സച്ച് നമ്മൾ ഒരാൾ വിചാരിച്ചത് കൊണ്ടോ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു റിയൽ ഡേറ്റ പുറത്തു കൊണ്ടുവരാൻ ഇതിന്റെ അതോറിറ്റീസ് ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ ഒരു ഇഫക്റ്റ് ആയിരിക്കും നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഇതിനൊരു പൊളിറ്റിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിഷേധിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് അതിലൊരു ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഇക്കണോമിക്കൽ തിങ്സ് ഒക്കെ ബാക്കി നിൽക്കു നിൽക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് കാണാനായിട്ട് okay various domains of outcome of substance use treatment are as follows നമുക്ക് നമുക്കറിയാം ആബ്സ്റ്റിനൻസ് എംപ്ലോയ്മെന്റ് ഡിക്രീസിങ് ക്രൈം ഇതിന്റെ ഒരു ഗുണം എന്തൊക്കെ ഏരിയയിലാണ് ഈ ഒരു ഇത് ഉപകാരം ഉണ്ടാക്കുന്നത് stability in housing service capacity retention auto treatment social support perception of care cost effectiveness evidence based practice the specific approaches in the motivation enhancement may differ depending upon the stage of change the patient is currently in. Let's take a look at the same. Uh, contemplation phase. Here the major goal of the counselor is to help the patient decide. ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു വില്ലിങ്നെസ് ആണ് അതാണ് ഏറ്റവും ആദ്യത്തെ ഫേസിൽ നമ്മളൊരു ഇൻ്റർവെൻഷൻ ഫേസിൽ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ഫേസിലെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള അവരോടുള്ള അപ്രോച്ചിലൊക്കെ വരിക തന്നെ പ്രിപ്പറേഷൻ ഫേസ് ആണ് ഇതിൽ നിന്ന് റിക്കവർ ആകാനായിട്ട് അവർ ഒരുക്കുന്നു പെട്ടെന്നൊന്ന് ഓടിച്ചാടി ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനഞ്ച് എന്നൊക്കെ പറയണത് ആ മനുഷ്യൻ കുറവാണ് പതിനഞ്ച് പ്രാവശ്യമൊക്കെ ഒരു നിക്കോട്ടിൻ വെക്കുക എന്ന് പറഞ്ഞാൽ കുറവാണ് അയാള് ഒരു ഇരുപത് ഇരുപത്തഞ്ച് പ്രാവശ്യമൊക്കെ വെച്ചിരുന്നത് പതിനഞ്ചായില്ലോ എന്ന് പറയുന്നു പക്ഷെ ഈ പതിനഞ്ച് കൂടുതലാണ് എന്നുള്ളത് നമുക്ക് അറിയുമ്പോഴും അവരെ ഒരു പ്രിപ്പയറിങ് സ്റ്റേജ് ഇത് കംപ്ലീറ്റ്ലി നമ്മൾ വിഡ്രോ ചെയ്യുന്നില്ല വിഡ്രോ ചെയ്താൽ അത് അവരുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാണ് അപ്പൊ ആ രീതിയിൽ അവരെ പ്രിപ്പയർ ചെയ്ത് ശരീരത്തിന് മനസ്സിന് ഒരു അവരുടെ ഒരു അവസ്ഥ സൈക്കോളജിക്കൽ ഫീലിങ്ങിനെ മാനിച്ചുകൊണ്ട് അവരെ പ്രിപ്പയർ ആക്കുന്നു ദെൻ ആക്ഷൻ ഫേസിലേക്ക് വരുന്നു ചില തകരാറുകൾ വരാം അപ്പോഴാണ് pharmacotherapy plus psycho social approaches നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ദെൻ അത് മെയിൻ്റനൻസ് ആണ് അവരത് ബേസിക്കലി നമ്മളൊന്ന് ചെക്ക് ചെയ്യും എത്ര നാള് എങ്ങനെ ഇത് കുഴപ്പമില്ലല്ലോ ശരീരം റിയാക്ഷൻസ് കുറഞ്ഞു കഴിഞ്ഞു അവരായാലും സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ഓക്കെയാണ് അതിനോട് ആക്സെപ്റ്റ് ചെയ്തു കോപ്പ് ചെയ്തു അങ്ങനെയുള്ളൊരു നാല് ഫേസിലൂടെയാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് അതല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ പോകുന്നത് ഇതിലെ brief interventions also we can use it ചെറിയ ചെറിയ ഇൻ്റർവെൻഷൻസ് മെത്തേഡ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇങ്ങനെ തുടങ്ങുന്ന ചെറിയ ചെറിയ രീതികൾ ഇതിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാം next unit working with substance disorder families നേരത്തെ ഇപ്പൊ സബ്സ്റ്റാൻസ് അബ്യൂസ് പേഷ്യൻസ് ആണെങ്കിൽ ഇനി ഇങ്ങനെയുള്ളവരുടെ ഫാമിലി ഉള്ള ഫാമിലിയെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുക ഏതാണ് ശരിക്കും നമുക്ക് കുറച്ചും കൂടിയും വേണ്ടത് സബ്സ്റ്റാൻസ് അബ്യൂസുകാരെ ട്രീറ്റ് ചെയ്യണം അതൊരു പരിധി വരെ അവരുടെ സെൽഫ് ഹെൽപ്പിന് സഹായമാകുമെങ്കിൽ കുറച്ചും കൂടിയും അതിന്റെ ഇമ്പാക്റ്റ് അനുഭവിക്കുന്നവരാണ് ഫാമിലി മെമ്പേഴ്സ് ഈ ഇതിലൂടെ കടന്നു പോകുന്ന അബ്യൂസ്ഡ് ആയിട്ട് കടന്നു പോകുന്ന സബ്സ്റ്റാൻസ് എടുക്കുന്ന ആളുകൾ അവരവരാൽ തന്നെ ഒരു റിക്കവർ മാത്രമേ അതിന് ആവശ്യമുള്ളൂ എങ്കിൽ ഫാമിലിയുടെ ഇമ്പാക്റ്റ് ഏത് തലത്തിൽ വേണമെങ്കിലും ബാധിക്കാം ചിലപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഫിസിക്കൽ അബ്യൂസസ് ആയിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ വേൾഡിൽ നിന്നുള്ളൊരു വിഡ്രോവൽ ആയിരിക്കാം പഠനം മുന്നോട്ട് പോകാൻ പറ്റാത്ത കുട്ടികളുടെ അവസ്ഥയായിരിക്കാം ഭയപ്പെട്ട് ജീവിക്കുന്ന ഭാര്യയുടെ രീതിയായിരിക്കാം ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയായിരിക്കും ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി കേസസ് ആണ് ഒട്ടനവധി പ്രോബ്ലംസ് ആണ് ഇതിനോട് റിലേറ്റ് ചെയ്ത് ഫാമിലിയിലേക്ക് നോക്കുമ്പോൾ വരിക ചിലപ്പോൾ കുറച്ചും കൂടി ഗൗരവപൂർണമായതോ അതല്ലെങ്കിൽ ടൈം കുറച്ചും കൂടി എടുക്കേണ്ടതായതോ നമുക്കൊരു സബ്സ്റ്റാൻസ് അബ്യൂസിൽ നിന്ന് ഒരാളെ റിക്കവർ ചെയ്യാൻ നമുക്കൊരു ഫേസ് ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു ലെവൽ ഉണ്ട് ഒരു ആറാഴ്ച രണ്ട് മാസം അവർ വില്ലിങ് ആണെങ്കിൽ കയറിപ്പോരും പക്ഷെ ചിലപ്പോൾ അതിനേക്കാളും ലെങ്തിയാണ് ഇതിന്റെ ഇമ്പാക്റ്റ് അടിച്ചിട്ടുള്ള ഒരു കുട്ടി ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്തൊക്കെ കൊണ്ടുവരണമെങ്കിൽ കുറച്ചും കൂടിയും ചിലപ്പോൾ ഫോളോ അപ്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും അതുകൊണ്ടാണ് ഫാമിലിയെ ഫോക്കസ് ചെയ്യുന്നത് families having a personal suffering from substance abuse are vulnerable to harm the individual with the substance use problem is often seen as the main victim and the focus of counselling is limited to the affected affected person നമ്മൾ സാധാരണ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ എഫക്റ്റഡ് ആളുകൾക്കാണ് പക്ഷെ ഇതിന്റെ മെയിൻ വിക്ടിം എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടെ താമസിക്കുന്ന ആളുകളായിരിക്കാം we uh, we should remember that the other family members be it the spouse children or the parents are also affected but may often hide their problem avare matte namaku visible aayittu kaanam pakshe ivarude problems namaku pettanu analyze cheyano identify cheyano okke buddhimuttayirikkum the need for families to be included in intervention for substance abuse എന്തിനു എന്താണ് ഇവരെ ഇൻവോൾവ് ചെയ്യിക്കേണ്ടത് എന്തുകൊണ്ടാണ് സബ്സ്റ്റാൻസ് അബ്യൂസ്ഡ് ആയിട്ടുള്ള ഫാമിലിക്ക് അങ്ങനെയുള്ള ആളുകളുടെ ഫാമിലിക്ക് അവനൊരു ഹെൽപ്പ് വേണം അതിൻ്റെ ഒരു ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുക families living with a person with a substance use disorder face many problems we should remember that substance abuse is characterised as family illness and overall family dysfunction, including behavior problems in family members, are common. ഇവിടെ മൂന്ന് രീതിയിലുള്ള പ്രോബ്ലം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഇത് പൊതുവെ പറഞ്ഞാൽ ഇതൊരു ഫാമിലി ഇൽനെസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു സബ്സ്റ്റാൻസ് അബ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്സ്റ്റാൻസ് എടുക്കുന്ന അല്ലെങ്കിൽ ഡ്രഗ് എടുക്കുന്ന ഒരു ആൾ വീട്ടിലുണ്ടെങ്കിൽ അത് ആൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാക്കുക അതൊരു ഫാമിലി ഇൽനെസ് ആയിട്ടാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത് കുടുംബത്തിന്റെ ഒരു അസുഖം എന്നാണ് ഇതിനെ പറയുക ഒപ്പം തന്നെ അത് ഫാമിലിയെ ഫങ്ഷൻ ആക്കാതിരിക്കുന്നു അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പ്രവർത്തനക്ഷമതയെ കുറയ്ക്കുന്നു ഒരു ഫാമിലി നല്ല രീതിയിൽ പോകുന്നത് കുറയ്ക്കുന്നു കുറെ ബിഹേവിയറൽ ഇഷ്യൂസ് സ്വഭാവ പ്രശ്നങ്ങൾ കാണാൻ കാരണമാകുന്നു ഇത് മൂന്നും ഒന്ന് കാറ്റഗറൈസ് ചെയ്യാവൂ എന്താണ് ഫാമിലി ഇൽനെസ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു സബ്സ്റ്റാൻസ് അബ്യൂസ് ആയിട്ടുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അത് ആണായാലും പെണ്ണായാലും കേട്ടോ ഇന്ന് അത് പെൺപിള്ളേരുടെ ഇടയിലും അമ്മമാരുടെ ഇടയിലും ഒക്കെ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് ചോ വിളി വന്നത് ഇവിടെ മാറ്റി നിർത്താൻ പറ്റുമോ റീഹാബിൽ ഒരു സെന്റർ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതാണ് പെണ്ണില്ല പക്ഷെ മെജോറിറ്റി ഇന്ന് കാണുന്നത് ആണുങ്ങളിലാണ് ഇത് ഇങ്ങനെ ഒരാൾ വീട്ടിലുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടി വീട്ടിലുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഡോളസന്റ് വീട്ടിലുണ്ട് എങ്കിൽ അത് ഫാമിലി ഇൽനെസ് ആയി മാറുന്നു എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻസ് എന്താകാം അല്ലെങ്കിൽ ഇത് ഫാമിലിയുടെ ഫങ്ഷനെ കുറയ്ക്കുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കുന്നു ഡിസ്ഫങ്ഷണൽ ആക്കുന്നു അല്ലെങ്കിൽ ഇതൊരു ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ടാണ് കാണപ്പെടുന്നത് എന്നുള്ളതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായ ഭാഷയൊന്ന് പറയാവോ എന്തായിരിക്കാം ഇത് എന്താണ് ഫാമിലി ഇൽനെസ് എന്താണ് ഫാമിലി ഡിസ്ഫങ്ഷൻ എന്താണ് behaviour problems if a substance abused person is there in the family anyone sister ഇപ്പം ഒരു കുട്ടിയാണ് ഇങ്ങനൊരു ഇഷ്യൂവിൽ പെടുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് എഫക്ട് ചെയ്യുന്നത് ആ പാരൻസിനാണ് കാരണം ആദ്യം ആ കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കൗൺസിലർ ഓർ ആ ടീച്ചർ എയിം ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ വരുന്ന പ്രശ്നം ആദ്യം ആ പാരൻസിൻ്റെ ഇടയിൽ തന്നെയാണ് കാരണം അവരുടെ ഇടയിൽ ഒരു ഒരു ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു വാഗ്വാദത്തിനുള്ള വഴിയാണ് അത് ഉണ്ടാക്കുന്നത് അതിൽ തുടങ്ങുകയാണ് ആ ഫാമിലിയിലെ ഇഷ്യൂസ് അവനെ ട്രീറ്റ് ചെയ്യുന്നതിലുപരി എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അവിടെ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ അതന്നെയാണ് ഒരു ഏറ്റവും വലിയ പ്രോബ്ലം ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കേസിലും അവര് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയില്ലാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും വർക്കിംഗ് ആണ് അപ്പൊ അവരൊരിക്കലും അവരുടെ കുട്ടി എന്താണ് ആ ബെഡ്റൂമിനകത്ത് ചെയ്യണേന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ല അപ്പം അത് അവരിലേക്ക് എയിം ചെയ്യുമ്പോൾ അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവര് കാരണം അവരുടെ കുട്ടിയിലെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് അപ്പൊ സോ അതുകൊണ്ട് തന്നെയാണ് അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നതും അത് ട്രീറ്റ് ചെയ്യാൻ കുറച്ച് ടൈം ലാഗ് വരുന്നതും കാരണം ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും ഒരു പാരന്റും ചില ചില പാരന്റ് റിയാക്ട് ചെയ്യാതിരിക്കാം പക്ഷെ ഭൂരിഭാഗം പാരന്റ്സും അത് ആര് കാരണമാണ് ആ കുട്ടി അങ്ങനെ ആയി എന്നുള്ളതാണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ നിൽക്കുന്നത് കാരണം ഞാനാണോ അതോ എൻ്റെ ഭർത്താവാണോ ഭാര്യയാണോ പ്രശ്നക്കാരി എന്നുള്ളത് എന്നുള്ളതിലാണ് അവിടുത്തെ ഒരു പ്രശ്നം അവിടെ ആദ്യം വരുന്നത് അതിനു ശേഷമാണ് അവിടെ ട്രീറ്റ്മെന്റ് എന്നുള്ളൊരു ഒരു പ്രൊസീജിയർ തന്നെ അവർ ആലോചിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ വരുന്ന ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആണ് നമ്മൾ പറയുന്നത് വഴക്കുകൾ വഴക്കുകൾ പൊതുവെ ഈ പറയുന്ന ഡ്രഗ് എടുക്കുന്ന വ്യക്തി അതൊരു കുട്ടിയാണെങ്കിലും മുതിർന്ന ഒരാളാണെങ്കിലും അവരവരാൽ തന്നെ ആരോഗന്റ് ആകുന്ന ഒരു നേച്ചർ നമുക്ക് കാണാം യൂസിങ് നമ്മൾ ഒരു നല്ല വാക്കുകളായിരിക്കില്ല ചിലപ്പോൾ അവർ ഉപയോഗിക്കുക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കാണാം മനസ്സിലാക്കി സംസാരിക്കുന്ന ഭാഷകൾ കാണില്ല ഇനി ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഫാമിലി മുഴുവൻ പാനിക്കാണ് ആ പാനിക്കാവുമ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ വളരെയധികം ക്ലാഷുകൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ ഇനി ഇതിനെ ടേക്ക് റെസ്പോൺസിബിലിറ്റി ആര് റെസ്പോൺസിബിലിറ്റി എടുക്കും ഇങ്ങനെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആവാനായിട്ട് ഇപ്പൊ ഇവൺ ഒരു ഹസ്ബൻഡിന്റെ ആണെങ്കിൽ നമ്മൾ പറയും ഹസ്ബൻഡ് ഉത്തരവാദിത്വം ഇല്ലാത്ത ഹസ്ബൻഡ് അങ്ങനെ ബ്ലെയിമിംഗ് ആണ് കൂടുതലും മറ്റു പാർട്ട്നേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും വരിക ബ്ലെയിമിംഗ് ആണ് അല്ലെങ്കിൽ ടെൻഷൻ പോക്കാനായിട്ട് ടെൻഷൻ പോക്കാനായിട്ടാണ് ഇത് തുടങ്ങിയത് ഇപ്പൊ ടെൻഷൻ കൂടുകയാണ് ചെയ്ത് ഇങ്ങനെ തുടങ്ങുന്ന ബ്ലെയിമിങ് ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും അവസാനം വരിക വളരെ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹളവും ഒച്ചയും വാഗ്വാദങ്ങളും അങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയുടെ ഒരു ഡിസ്ഫങ്ഷണൽ സൈഡ് തന്നെ ഈ ഒരു ആശയമാണ് ഇനി ഇതിൽ ബിഹേവിയർ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ കാണുന്നത് പൊതുവെ എല്ലാം ബിഹേവിയർ പ്രോബ്ലംസ് ആണ് നോർമലായിട്ട് സംസാരിക്കാതിരിക്കുക സംസാരിക്കുമ്പോൾ അതിന് പ്രോപ്പർ റെസ്പോൺസ് കൊടുക്കാതിരിക്കുക ദെൻ കോൺക്രീറ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റാതിരിക്കും ഇവരുടെ ലോകം തല വേറൊരു ഇതിലാണ് ദെൻ ഇമാജിനേഷൻ വേൾഡ് പലതായതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നതല്ല പലതും അറിഞ്ഞിട്ടല്ല ഇവർ ചെയ്യുന്നത് ഒരു ഭാവന ലോകത്ത് നിന്ന് പലതും ചെയ്യുന്നു അത് ചിലപ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും പിന്നീട് ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള പല ആസ്പെക്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ല ഇത് ഈ വ്യക്തി എവിടെ ആയിരിക്കുന്നു ആ ആ ആളുകളുടെ ഹ്യൂമിലിയേഷൻസും അല്ലെങ്കിൽ അവർ ഇതിനോട് കോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഓട്ടോമാറ്റിക്കലി ഇത് പുറത്തു പറഞ്ഞാൽ വരുന്ന രീതികൾ ഇവരുടെ ഇടയിലുള്ള വഴക്കുകൾ അത് പുറത്തേക്ക് കേൾക്കുമ്പോൾ വരുന്ന കമൻസുകൾ ഇങ്ങനെ തുടങ്ങുന്ന ഇതൊരു ഒരു ഫാമിലിയുടെ പ്രശ്നമായിട്ടോ ഫാമിലിയുടെ അസുഖമായിട്ടോ ഇത് മാറുകയാണ് സ്ലോലി ചെയ്യുക ഇത് ഓട്ടോമാറ്റിക്കലി ഇതൊരു ബിഹേവിയർ പ്രോബ്ലത്തിലേക്ക് ഇത് വ്യക്തികളെ കടന്ന് എത്തിക്കുന്നു ഫാമിലിയെ ഡിസ്ഫങ്ഷൻ ആക്കുന്നു Problems faced by families, including children, having a family member with substance abuse. Overall family functions can be unhealthy. അതാണ് നമ്മൾ ഇൻ ഷോർട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മൊത്തത്തിലെ ആ ഫാമിലി ഒരു അൺഹെൽത്തി ഫാമിലി ആയിട്ട് മാറും communication between family members is disrupted ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു reinforcement of what is appreciate behaviour or what is not or discipline children usually punishment or correction may lack clarity കാരണം ഇതിലെ നമുക്ക് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക പറ്റില്ല ഇനി ഡിസിപ്ലിൻ പഠിപ്പിക്കുക കുട്ടികളെ പറ്റില്ല ഇനി പണിഷ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന രീതികൾ എത്രമാത്രം നമ്മൾ ചിലത് ഓവറായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്തിനെ പണിഷ് ചെയ്തു എന്തുകൊണ്ട് ഞാൻ ഇത്രമാത്രം സ്റ്റബേണായി എന്തിന് ഞാൻ ദേഷ്യപ്പെടുന്നു അതിനൊന്നും ചില കാരണങ്ങൾ നിരത്താൻ അവർക്ക് പറ്റില്ല ദെൻ സപ്പോർട്ട് സിസ്റ്റം ഫാമിലിയുടെ കുറയുന്നു the role strain in the family നമ്മളിപ്പോൾ ഒരു ഉത്തരവാദിത്തം നമ്മൾ എടുക്കേണ്ട റോളുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇമോഷണൽ ബോണ്ടിങ് നമ്മൾ സാധാരണയായിട്ട് ആ കുട്ടി അപ്പൻ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള സംഗതികൾ കുറയുന്നു റിച്വൽസ് ഫാമിലി റിച്വൽസ് ഒക്കെ ഒരു പരിധി വരെ നമ്മൾ പറയുന്നത് ഫാമിലിയിലെ ഒരു ബോണ്ടിങ് റിലേഷൻസ് കൂട്ടുകയാണ് നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഒന്നിച്ച് അമ്പലത്തിൽ പോകുന്നു അങ്ങനെയൊക്കെയുള്ള സംഗതികൾ കുറച്ചും കൂടിയും ഒരു ഇമോഷണൽ ബോണ്ട് കൂട്ടുന്ന ഒരു സാധനം ഇതിപ്പോ ഇത് സബ്സ്റ്റാൻസ് അബ്യൂസിലേക്ക് വീണ് കഴിഞ്ഞാൽ അങ്ങനത്തേലൊന്നും വലിയ ഇൻട്രസ്റ്റുകൾ നമുക്ക് വരുന്നില്ല അപ്പൊ അതിനാൽ തന്നെ അത് പല കാര്യങ്ങളെയും വീക്കൺ ചെയ്യുന്നു how are children affected parental conflicts three unwritten laws of don't talk don't trust don't feel Emotional and behavioral problems, survival roles are done by children. Imitating their parents ചിലപ്പോൾ കുട്ടികൾ പാരൻസിന് ഇമിറ്റേറ്റ് ചെയ്തത് യൂസ് ചെയ്യുന്നവരുണ്ട് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ adult children of substance abuses ഇതൊരു അഡൾട്ട്ഹുഡിലേക്ക് കടക്കുമ്പോഴും കുട്ടികൾ ഇതിലേക്ക് വരുന്ന ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് protective factors with within families ഇത് എങ്ങനെയാണ് ഇത് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഫാമിലി എന്ത് മാനദണ്ഡങ്ങളാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് solid relationship between parents despite substance abuse problems നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വീട്ടിലുണ്ടെങ്കിലും നമ്മളൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാരൻസിനെ പാരൻസിൻ്റെ ഇടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള ഒരു രീതി അവരെ അഭ്യസിപ്പിക്കുന്നത് നല്ലതാണ് the other parent, that means uh, non-substance non -substance using, providing a stable and supportive environment. ആരാണോ ഇതിന് വിധേയപ്പെട്ടത് അവരെ നമുക്ക് അധികം പറയാൻ പറ്റില്ല പക്ഷെ ഇതിന് അഡിക്റ്റഡ് ആകാത്ത മറ്റൊരു പാരന്റ് ആവശ്യമായ നല്ലൊരു എൻവയോൺമെന്റ് ഇപ്പൊ ഒരു കുടുംബത്തിന്റെ ഒരു ഇൽനെസ്സിലേക്ക് ഇത് കടത്തി വിടും എന്ന് മനസ്സിലാക്കി ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റിനുള്ള ആക്കം കൂടുതൽ ആ വ്യക്തി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല മെത്തേഡ് ആയിരിക്കും family cohesion maintained through family rituals and activities at high levels നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയാവുമ്പോൾ എല്ലാ റിച്വൽസും നമ്മൾ നിർത്തും അല്ലെങ്കിൽ നമുക്കത് ചെയ്യുന്നത് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അതൊന്നും നിർത്തരുത് എന്നുള്ളതാണ് പറയുക ചിലപ്പോൾ ആ ഒരു അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഒന്നിപ്പ് ചിലപ്പോൾ കുടുംബങ്ങളിൽ വരാം strategies use to cope with adverse വിപരീത സാഹചര്യങ്ങളിലെ നമ്മൾ എതിർക്കുകയോ റിയാക്ട് ചെയ്യുന്നതിനോ പകരം കുറച്ചും കൂടിയും അതിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ അവരെ പഠിപ്പിക്കുന്നത് നല്ലതാണ് circumstances by spouses and children including coming up alternative വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവരോട് ഇടപെടാ ഇടപെടാനും പെരുമാറാനും ഒക്കെ പഠിപ്പിക്കുക counselling for families then objectives and interventions എന്താ ഇവരെ ഈ ഇത്തരം ഫാമിലീസിന് കൗൺസിലിംഗ് നടത്തുന്നത് കൊണ്ടുള്ള അല്ലെങ്കിൽ അവർക്ക് നടത്താനുള്ള ലക്ഷ്യം എന്താണ് എന്ത് ഇന്റർവെൻഷൻസ് ആണ് ഇവരിൽ ഇടേണ്ടത് to improve family interactions main ആയിട്ട് ഇതൊരു ഫാമിലി ഇൽനെസ് ആയതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഇടയിലുള്ള ഇന്ററാക്ഷൻസിനെ പോസിറ്റീവ് ആക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ കൗൺസിലിംഗ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫാമിലീനെ കേട്ടോ ആളെ അല്ല ആളെന്തായാലും നമ്മൾ മെഡിക്കൽ കെയറിലേക്ക് കൊടുക്കും അപ്പൊ ഈ ഒരു കുടുംബത്തിലെ കുറച്ചും കൂടിയും സ്നേഹവും അല്ലെങ്കിൽ നല്ല ബന്ധങ്ങളും ബോണ്ടിങ്ങും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ കൗൺസിലിംഗിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ഇമ്പ്രൂവ് പാരന്റിങ് നമുക്ക് നഷ്ടപ്പെട്ട പാരന്റിങ് കുട്ടികളിലേക്ക് എത്തിക്കാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് വരിക managing stress and anger increasing alternative and self esteem ഒരു പരിധിവരെ വ്യക്തികളുടെ സെൽഫ് എസ്റ്റീം പോയിട്ടുണ്ടാവും ദെൻ അസേർട്ടീവ്നെസ് നമ്മൾ അതെ അതെ എന്നും അല്ല അല്ല എന്നും കുറച്ചും കൂടി പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കാനൊക്കെ ഉള്ളതാണ് അസർട്ടീവ് ട്രെയിനിങ് എന്ന് പറയുന്നത് അതൊക്കെ പഠിപ്പിക്കലാണ് ആ ഒരു ഇന്റർവെൻഷൻ കൊടുക്കലാണ് കൗൺസിലിങ്ങിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുക strengthening protective factors within families നമ്മൾ കൗൺസിലിംഗ് നടത്തുമ്പോൾ അവരെ ഓൾറെഡി അവർ വീക്കാണ് ഭയങ്കര ഡെസ്പായിരിക്കും പിന്നെ അവർക്കൊരു ഹോപ്പ് ഇത് ശരിയാവോ കുറെ പിന്നെ കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും ഇതിന്റെ ഇഫക്റ്റ് കൊണ്ടൊക്കെ അപ്പൊ ആ ഒരു ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് കൗൺസിലേഴ്സിന്റെ ദൗത്യം should make efforts to strengthen protective factors within families to prevent or delay similar substance abuse or drug related problems in their children പിന്നെ ഇത് മറ്റു കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ള മാക്സിമം പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് കൊടുക്കാനും വീടിന്റെ കാര്യങ്ങളെ സ്ട്രെങ്തൻ ചെയ്യാനും ഇവരെ ഒരുക്കുന്നു stimulating rituals and routines addressing children strengthening supports and optimistic approach ഇത് വീണ്ടും വരാതിരിക്കാനുള്ള ടിപ്സുകൾ ഫാമിലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മെയിൻറ്റെയിനിങ് റെഗുലർ ഫോളോ അപ്പ് അതാണ് ഒന്ന് ചെയ്യുക ഇത് വീണ്ടും ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് സബ്സ്റ്റാൻസ് അബ്യൂസ് റിസർച്ചുകൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഹെൽത്ത് കഴിഞ്ഞൊരു വർഷം ഒരു ഫാദർ നടത്തിയിരിക്കുന്നത് ഈ ഒരു സബ്സ്റ്റാൻസ് അബ്യൂസ് റിലാപ്സ് കേസസ് ആണ് അപ്പം ഇത് ഒരു ഒരു ചാൻസ് ഉണ്ട് കാരണം ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു ആൽക്കഹോൾ റിക്കവർ പിന്നെ എളുപ്പമാണ് പക്ഷെ ഇതിൽ വീണ്ടും റിലാപ്സ് വരുന്നത് കൊണ്ട് തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല റെമഡീസ് നമ്മൾ നോക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് continuous follow up regular follow up നടത്തേണ്ടത് നടത്തേണ്ട ആവശ്യകത കുടുംബത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു medication to maintain abstinence involve extended family and friends keep a diary watch out for warning signs of relapse ഇത് വരുന്നുണ്ടെങ്കിൽ അവരുടെ രീതി മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇവരെ ഒരുക്കുന്നു എങ്ങനെയാണ് ഇവരെ ഈ ഒരു റിലാക്സ് വരാതെ ഫാമിലിയെ ജാഗ്രയോ ജാഗരൂകതയോടെ ഇവരെ നോക്കി കാണാനായിട്ട് ഫാമിലിയെ പഠിപ്പിക്കലാണ് നമ്മൾ ചെയ്യുക ഒപ്പം തന്നെ managing stress and coping effectively ഇങ്ങനെ ഒരു ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഇവരുടെ ഇവരെ സ്ട്രെസ് റിലീസ് ആക്കാനുള്ള മെത്തേഡുകൾ കോപ്പിംഗ് മെത്തേഡുകൾ കുറച്ചും കൂടി ബോണ്ടിങ് റിലേഷൻഷിപ്പ് കൂട്ടാനും ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വീഴാതിരിക്കാൻ ഫാമിലി ബോണ്ടിങ്ങിൽ വളരെയധികം ശ്രദ്ധിക്കുന്നു ഹാൻഡ്ലിങ് ആങ്കർ ഇങ്ങനെ നമ്മൾ പറയുന്നത് ഓൾറെഡി ഇങ്ങനെയൊക്കെ ആയി ഹാബിച്വൽ ആയിട്ടുള്ള ഒരു ഒരു ബിഹേവിയർ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടാകാം അപ്പൊ ആ ഒരു ദേഷ്യമൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുട്ടികളെ ആയാലും ആയാലും പഠിപ്പിക്കുന്നു അസർട്ടീവ്നെസ് ട്രെയിനിങ് ബോൾഡായിട്ട് കാര്യങ്ങളെ നോക്കി കാണാൻ പഠിപ്പിക്കുന്നു ഇംപ്രൂവിങ് സെൽഫ് എസ്റ്റീം കുട്ടികളുടെ ആയാലും വീട്ടിലുള്ളവരുടെ ആയാലും സെൽഫിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സെൽഫിനോട് അപ്രീസിയേഷൻ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിച്ചും ചെയ്യിപ്പിച്ചും ഒക്കെ സെഷനിൽ കുറച്ചും കൂടിയും അവരെ സെൽഫ് വർത്ത് ഡെവലപ്പ് ചെയ്യുന്നു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് അവരെ ഉയർത്തുന്നു now move to the unit fourteen dealing with deliberate self harm മനഃപൂർവം നമ്മളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സെൽഫിനെ ഉപദ്രവിക്കുന്ന ആ വ്യക്തികളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുക self harm self inflicted violence self injurious behaviour or moderate self mute mutilation is defined as deliberate in injury to one self body that causes tissue damage or leaves leaves mark, marks for more than few minutes നമുക്കറിയാം മനഃപൂർവ്വം നമ്മളെ വേദനിപ്പിക്കുക ശരീരത്തെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ചിലവരുടെ അതൊരു അസുഖത്തിന്റെ ഭാഗമായിട്ട് എലിസബത്ത് ഡോക്ടർ ഇവിടെ ഉണ്ടോ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു സെൽഫ് ഹാം ഇവർ പല മോഡുകൾ പറയുന്നുണ്ട് ഒന്നിങ്ങനെ കൈ മുറിക്കുക അതല്ലെങ്കിൽ ശരീരത്തെ ദ്രോഹിക്കുക പൊള്ളിക്കുക മരിക്കാൻ നോക്കുക സ്കിന്ന് മുറിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അടിക്കുക അങ്ങനെയൊക്കെയുള്ള സെൽഫിന് സ്വന്തം സെൽഫിനെ ഹാം ചെയ്യുന്ന സ്വന്തം ബോഡി ടിഷ്യൂസിനെ ഉപദ്രവിക്കുന്ന ആക്ഷൻസിലേക്ക് വ്യക്തികൾ പോകാൻ കാരണം എന്താണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ആൽക്കഹോൾ ആണെങ്കിലും സൈക്കോ ആൽക്കഹോൾ ഉപയോഗിച്ച് സൈക്കോസിസ് വരാമല്ലോ ആൽക്കഹോളിക് സൈക്കോസിസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പൊ ഇതും അങ്ങനെ ഒരു സൈക്കോസിസ് ആയിട്ട് നോർമൽ തിങ്കിങ് ഇല്ലാതെ ഇൻസൈറ്റ് ഇല്ലാതെയുള്ള പ്രവർത്തനം ആയിരിക്കാന്ന് വിചാരിക്കുന്നു കാരണം സൂയിസൈഡൽ ടെൻഡൻസി സൈക്കോസിൽ വരാമല്ലോ യെസ് യെസ് ഒരു സൈക്കോളജിക്കലി വീക്ക് എന്നാണ് നമുക്കിതിനെ പറയാൻ പറ്റുക നിങ്ങൾ ചില ആളുകളെ കണ്ടു കാണായിരിക്കും അവരെ നമ്മൾ ഹെൽപ്ലെസ്നെസ് സ്റ്റേജിൽ തല്ല് പിടിച്ചൊക്കെ കഴിയുമ്പോൾ കുറേ കരച്ചിലും ബഹളവും ഒച്ചപ്പാടൊക്കെ കഴിയുമ്പോൾ അവർ പോയിട്ട് തല കൊണ്ടെന്ന് ഈ മതിലിൽ പോയിട്ട് ഇടിക്കുക അവരുടെ തല തന്നെയാണ് പോകുന്നത് കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെയൊക്കെ പൊട്ടി ഇതൊക്കെ അപ്പൊ ഒരു ആശ്വാസമാണ് അതായത് നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല മറ്റൊരാളുടെ മുൻപില് അപ്പൊ ആ ഒരു തോൽവിയെ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റണില്ല അപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ മരിച്ചാൽ മതി എന്നൊരു ഒരു കുറച്ചു നേരത്തേക്ക് അവർക്ക് തോന്നുന്ന ഒരു ഒരു ഇതാണ് പക്ഷെ അത് നോർമൽ ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ഡീപ്പായി പോയാൽ ചിലപ്പോൾ ലൈഫ് പോലും പോകും പക്ഷെ ആ ഒരു സാധനം നമ്മൾ പറയണത് ഒരു സൈക്കോളജിക്കലി ഒരു വീക്ക് പേഴ്സൺ ആണ് അവര് ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം തല്ല് ബഹളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയി ആ വഴക്ക് കൂടണേന്റെ ഇടയിൽ ഓടിപ്പോയി തേപ്പ് പെട്ടി അങ്ങോട്ട് ഓണാക്കി കയ്യുമേ കൊണ്ടുവന്ന് ഒരൊറ്റ കുത്തു കുത്തും അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തും ഇത് മറ്റൊരാൾ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ കാണിക്കുന്നത് പക്ഷെ വേറൊരാളുടെ മേലല്ല കൊണ്ടുപോയി കുത്തുന്നത് അവനവന്റെ മേല് തന്നെയാണ് ഇവര് പൊള്ളിച്ച് വേദനിപ്പിച്ച് തങ്ങളുടെ തന്നെ ഹെൽപ്ലെസ്നെസ്സില് അവര് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ആരെങ്കിലും ഇങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ടോ പരിചയപ്പെട്ടിട്ടുണ്ടോ കുറച്ചും കൂടിയൊക്കെ സെൽഫിന് അവർക്ക് ഒരു അവയർനെസ് ഒക്കെ കൊടുത്താൽ ചിലവരൊക്കെ കയറി പോരുന്നുണ്ട് എക്സ്ട്രീം സ്റ്റേജ് അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇത് ഒരു ഡേഞ്ചറസ് സോണാണ് ഈ ഒരു പ്രസ്തുത കാര്യം സിസ്റ്റർ ഈ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ചെറുപ്പം തൊട്ടുള്ള ഒരു ബ്രെയിൻ്റെ പ്രവർത്തനമാണ് എന്നുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ സ്റ്റഡീസ് ഒക്കെ ആണെങ്കിലും അത് തന്നെയല്ലേ കൂടുതൽ പറയുന്നത് അതായത് ഒരു ബ്രെയിൻ ഒരു കുട്ടി ആ ഒരു കുട്ടി വളർന്ന് വലുതാവുന്ന ഒരു ഉണ്ടാകുന്ന ആ ഒരു ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ടാണ് ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇങ്ങനത്തെ ഒരു ബിഹേവിയറിനെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നതെന്ന് ഇപ്പോഴത്തെ ന്യൂറോ സയൻസും അത് എഗ്രി ചെയ്യുന്ന ഒരു കാര്യമല്ലേ അപ്പൊ ആ ഒരു ബ്രെയിൻ ബ്രെയിൻ മാനേജ്മെന്റ് അല്ലേ നമ്മളപ്പോ കൊടുക്കേണ്ടത് അപ്പോ ഓൾറെഡി ഇഷ്ടംമാതിരി വ്യക്തികൾ വരാറുണ്ട് ഇങ്ങനെ ഒരു സൂയിസൈഡൽ ടെൻഡൻസി അങ്ങനെയുള്ള പിന്നെ അതൊരു ചെറുപ്പം തൊട്ടുള്ള ഒരു പ്രശ്നങ്ങൾ പിന്നീട് അതൊരു പേഴ്സണാലിറ്റി പ്രോബ്ലമിലേക്ക് മാറുകയല്ലേ ചെയ്യുന്നത് കൂടുതലും ഇപ്പൊ ചെറുപ്പത്തിലെ ഉണ്ടാകുന്ന ആ ഒരു ഇത് അപ്പോ നമുക്ക് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് അപ്പോ ഇനിയുള്ള വരുന്ന തലമുറയെങ്കിലും ആ ഒരു ചെറുപ്പം അത് ആ കുട്ടി അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തൊട്ടുണ്ടാകുന്ന പ്രവർത്തനം പ്രവർത്തനങ്ങളിൽ ഒരു ബ്രെയിനിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള മാനേജ്മെന്റുകൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതല്ലേ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്നത് ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ വോയിസ് ഫീബിൾ ആയിട്ട് പോകുന്നുണ്ട് എനിവേ എനിക്ക് മനസ്സിലായി മാം പറഞ്ഞതിൽ കാര്യമുണ്ട് ഇതിൽ എലിസബത്ത് മാം പറഞ്ഞായിരുന്നു ഇതൊരു സൈക്കോസിസ് എന്ന് പറയാം ഇതിന് നോമുകളുണ്ട് ഇതില് മൂന്ന് നാല് ടൈപ്പിലാണ് ഇത് ഇഫക്റ്റ് നമ്മളെ ശരീരം നമ്മളെ ബാധിക്കുന്നത് ഒന്ന് സൈക്കോസിന്റെ ഭാഗമായിട്ട് സൂയിസൈഡൽ ഐഡിയേഷൻ ഡിപ്രഷൻ മൂഡ് അതല്ലെങ്കിൽ മൂഡ് ചേഞ്ച് അത് പല കാരണങ്ങൾ കൊണ്ടാണ് മൂഡ് ചേഞ്ച് വരുന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ വ്യക്തികളിൽ കാണാവുന്ന ചിലപ്പോൾ സെൽഫ് ഹ്യൂമിലിയേറ്റിംഗ് അല്ലെങ്കിൽ സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് തോട്ടിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഇതൊരു സാധനം കയറി വരാം അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് ഒരു ഒബ്സസീവ് തോട്ട് മരിക്കണം മരിക്കണം മരിക്കണം അത് കുറച്ചും കൂടിയും സൈക്കോസിസിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ വരുന്നതാണ് അത് കുറച്ചും കൂടി ബ്രെയിൻ റിലേറ്റഡ് ആണ് ന്യൂറോളജിക്കലി ബ്രെയിൻ ഇമ്പയർമെന്റ് സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ വീക്കാണെങ്കിൽ നമുക്ക് തോന്നാവുന്ന ഒന്നാണ് ന്യൂറോളജിക്കൽ ന്യൂറോളജിക്കലി എന്ന് പറഞ്ഞാൽ ആ ന്യൂറോളജിക്കൽ ഇമ്പയർമെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല അവർക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ട് വരുന്ന ഒരു രീതി അതും നമുക്ക് മനസ്സിലാവും ഇത് കുറച്ചുകൂടി ക്യൂറബിൾ അല്ല ഇനി പേഴ്സണാലിറ്റി ഡിസോർഡർ പലതരം പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് പൊതുവെ ഈ ഒരു സെൽഫ് ഹാം മെജോറിറ്റി കയറി വരുന്നത് അത് നമ്മൾ പറയുന്ന ഒരു ഒരു ശരിക്കും ഇവർക്ക് ഇവരെ തന്നെ പ്രസന്റ് ചെയ്യാൻ അറിയാതെ വരുമ്പോൾ ഏവരും പേടിക്കുന്ന ഒരു സ്ട്രക്ചറിൽ തങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുന്നു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് വരുന്നതെങ്കിലും ക്യൂറബിൾ അല്ല കുറച്ചും കൂടി മനസ്സിലാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നെക്സ്റ്റ് വൺ ലേൺഡ് ക്യാരക്ടേഴ്സ് ഇത് ഇവർ പഠിച്ചു എങ്ങനെയെങ്കിലുമൊക്കെ എന്ന് പറയില്ലേ ഒരാളെ ജയിക്കാൻ വേണ്ടി ചെയ്യുന്ന ലേൺഡ് ക്യാരക്ടേഴ്സ് ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പോൾ അമ്മ ചെയ്യുന്നത് കണ്ടു വളർന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടി ചിലപ്പോൾ ഇത് ഫോളോ ചെയ്യാം അപ്പൊ അങ്ങനെ തുടങ്ങുന്ന ലേൺഡ് ബിഹേവിയർ പിന്നെ അത് ഹാബിച്വൽ ആയിട്ട് മാറുന്നു പിന്നെ അതാണ് ഒരു കോപ്പിംഗ് റെമഡി ആയിട്ടൊക്കെ അപ്പൊ നമ്മൾ പെട്ടെന്ന് മറ്റുള്ളവർ വഴക്ക് നിർത്തും കാരണം അതൊരു കോപ്പിംഗ് റെമഡിയാണ് അവരെ സംബന്ധിച്ച് ഒരു കോപ്പിംഗ് റെമഡി അപ്പോൾ അങ്ങനെ പല മോഡിലാണ് ഈ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ സെൽഫ് ഇഞ്ചുറിയസ് ബിഹേവിയർ കയറി വരുന്നത് ഇതില് സൂയിസൈഡൽ ഐഡിയേഷനായി കയറി വരുന്നതും ഉള്ളത് കുറച്ചും കൂടി ഡേഞ്ചറസ് ആണ് കോപ്പിംഗ് റെമഡി ആയിട്ട് വരുന്നത് അത് മാറ്റുക എന്നുള്ളത് അവയർനെസ്സിലൂടെ സാധിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കുറച്ചും കൂടി അവയർനെസ് ആണ് പേഴ്സണാലിറ്റി ഡിസോർഡറുടെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ നമ്മൾ എത്ര വെയർ എന്ന് പറഞ്ഞാലും അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിപ്പോൾ ഇവിടെ കൈമുറിച്ചു കൈമുറിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടി പിന്നെ ആയിരിക്കില്ല മുറിക്കുക പിന്നെ എവിടെയെങ്കിലും ഇടിച്ച് അവിടെ റെഡിയാക്കും അങ്ങനെയൊക്കെ ഉള്ളത് കാണാം നമുക്ക് അപ്പൊ ഇത് പേഴ്സണാലിറ്റിയുടെ ഭാഗമാണെങ്കിൽ അവര് വേറെ കുറെ അവരെ എക്സ്പെക്ടേഷൻസ് വേറെ പലതുമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ ഇതിൽ കുറെ ഉണ്ട് ഇതിൽ ഏതിൽ പെടുന്നു എന്നുള്ള ഒരു അസസ്മെന്റ് ആണ് ആദ്യം വേണ്ടത് അതിൽ സൈക്കോസിസിനൊക്കെ ആണെങ്കിൽ മെഡിക്കേഷൻ ഉണ്ട് സൂയിസൈഡൽ ഐഡിയേഷൻ ആണെങ്കിൽ അഡ്മിഷൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ഉണ്ട് ഡിപ്രഷൻ മൂഡ് മൂഡ് ചേഞ്ച് ആണെങ്കിലും ഇതിന് മാറ്റങ്ങളുണ്ട് പേഴ്സണാലിറ്റി ആണെങ്കിൽ താൽക്കാലിക ഇമ്പൾസിവിറ്റിന് ഒരു ശമനമുണ്ട് ഇനി ലേൺഡ് ബിഹേവിയറിന്റെ ഭാഗമാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതൊരു നല്ല ഏരിയ ആണ് കാരണം ഇത് പല ആളുകളിലും കാണുന്ന ഒന്നാണ് ചിലർ പേടിപ്പിക്കും ചില കുട്ടികൾ പറയണ കേട്ടിട്ടുണ്ട് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇവിടെ നിന്ന് ചാടും എന്ന് പറയണം അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട് നിങ്ങൾ യൂഷ്വലി നിങ്ങൾ ഫാമിലീസിനോടൊന്ന് ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ പല മോഡുകളുണ്ട് ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് കോപ്പിംഗ് സ്ട്രാറ്റജി തെറ്റുപറ്റി പഠിച്ചിട്ടുള്ളവരെ മാത്രമേ നമുക്ക് ഇതിൽ കറക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളൂ ബാക്കിയുള്ളതെല്ലാം അണ്ടർ മെഡിക്കൽ കെയറിന് പോകേണ്ട കാര്യങ്ങളാണ് പിന്നെ ഒരു ഇങ്ങനെ ആയിക്കോട്ടെ സൈക്കോസിസിൽ ഹാലൂസിനേഷൻ ഡെലൂഷൻസ് ഒക്കെ വരുമല്ലോ lot of false sensory perceptions and so their behaviour will be naturally different അവർ പലതും കണ്ട് ഇല്ലാത്തത് കണ്ട് പേടിക്കുകയോ ഇല്ലാത്ത വിഷൻസ് കാണുകയോ ഒക്കെ അവർ ശരിക്കും അത് അനുഭവിക്കുന്നുണ്ട് അതും ഇപ്പൊ സെൽഫാം ഒരുപക്ഷെ അത് അതിൽ നിന്ന് വരാം അല്ലെങ്കിൽ മറ്റുള്ള ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും അവർക്ക് ഒരു ഫോഴ്സ് ഫോൾസ് ബിലീഫ് സൈക്കോസിസ് പ്യുവർലി എങ്ങനെ വേണമെങ്കിലും അത് അറ്റാക്ക് ചെയ്യാം അത് ഐഡന്റി ഡയഗ്നോസ് ചെയ്യാനും നമുക്ക് പറ്റും ഡയഗ്നോസ് ചെയ്യാൻ പറ്റും പേഴ്സണാലിറ്റി ഡിസോർഡറും എങ്ങനെ വേണമെങ്കിലും വരാം പക്ഷെ ഡയഗ്നോസ് ചെയ്യാം മാറുക അത്ര എളുപ്പമല്ല ലേൺഡ് ബിഹേവിയർ ഭീഷണിയായിരിക്കും അതിലൂടെ കാര്യസാധ്യങ്ങൾ പലതുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഒരു കൊച്ചിനെ പിടിച്ചു ആ പിടിച്ച ഉടനെ അവള് കയ്യാ മുറിച്ചു കൈ മുറിച്ച് ഞാൻ ചോദിച്ചു എന്തിനാ മോളെ നീ ഇങ്ങനെ മുറിച്ചേ എന്ന് ചോദിച്ചപ്പോ അവള് അവസാനം സമ്മതിച്ച എന്താണെന്നറിയോ ഞാൻ മുറിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ എന്റെ അമ്മേനെ അടിച്ചു വന്നേനെ എന്നാണ് പറഞ്ഞത് പിടിച്ചത് വലിയൊരു സാധനത്തിനാണ് അവളെ പിടിച്ചിരിക്കുന്നത് അപ്പൊ അവള് പറഞ്ഞത് ഞാൻ ഈ കൈ മുറിച്ച് കാണിച്ചില്ലായിരുന്നു ആ മുറിച്ചത് കൊണ്ടാണ് എൻ്റെ അമ്മ ഒന്ന് ശാന്തമായത് അതല്ലെങ്കിൽ അമ്മ എന്നെ അടിച്ചു കൊല്ലും ആ സമയത്ത് അപ്പൊ നമുക്കതൊരു റെമഡിയാണ് തീർച്ചയായിട്ടും അവള് മരിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്ത പരിപാടി അപ്പൊ നമുക്കറിയാം ചിലത് നമ്മൾ കോപ്പിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുന്നു പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നാൽ അത് ലൈഫ് ത്രട്ടണിങ് ആണോ ആണ് ആണ് അപ്പൊ നമ്മൾ നമ്മൾ ജയിക്കാതെ വരുമ്പോൾ കാണിക്കുന്നു ത്രട്ടണിങ് ആണോ തീർച്ചയായിട്ടും നമ്മുടെ നമ്മളെ നമ്മളെ തന്നെ ഇഞ്ചൂറിയസ് ആക്കുന്നതാണ് എങ്കിൽ അതിൽ നിന്നൊരു രക്ഷപ്പെടലുണ്ട് അതെന്ന് പറയണത് അത് കുറച്ചും കൂടി അവെയർ ആക്കിയാൽ മാറും പക്ഷെ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് വരുന്ന ചില സാധനങ്ങളുണ്ട് സ്വന്തമായിട്ട് കൈ ശരീരം മുറിക്കുക എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുക അതുപോലെ ചന്ദനത്തിരിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് കൈ പൊള്ളിക്കുക അത് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് വരും പക്ഷെ അത് വേദനയായിട്ടല്ല അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു തരം എൻജോയ്മെന്റ് പോലെയാണ് ഇത് ഇത് മറ്റുള്ളവർക്ക് കൊടുത്താൽ അത് സാഡിസം അവനവനെ ബാധിച്ചാൽ അത് സെൽഫ് ഹാം ഇങ്ങനെയാണ് അത് വരുന്നത് എനിക്ക് തോന്നുന്നത് സിസ്റ്റർ ബോർഡർ അല്ലെങ്കിൽ ഇമോഷണലി പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ് ഈ ഒരു ത്രട്ടണിങ് ബിഹേവിയേഴ്സ് ഏറ്റവും കൂടുതൽ കാണുന്നതും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുന്ന മിക്ക കേസുകളും ഫാമിലി കേസുകളിൽ കാണുന്ന ഒരു പേഴ്സണാലിറ്റിയിലാണ് പെൺകുട്ടികളാണെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മെയിൽസ് ആണ് എങ്കിൽ നാസിസ്റ്റിക് ബിഹേവിയറിലേക്ക് പോകുന്ന ആ ഒരു രണ്ട് കോമ്പിനേഷൻ ആണ് എനിക്ക് തോന്നുന്നു ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പൊ ഇൻ കേസ് ഈ ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലം ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള കേസുകളെയാണ് നമുക്കും ഡീൽ ചെയ്യാൻ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് വരുന്നതെന്നും എനിക്ക് ഫീൽ ചെയ്തു ഓക്കെ എനിക്ക് ക്ലിയർ അല്ലായിരുന്നു വോയിസ് താന്ന് കയറി താന്ന് കയറി വേരിയേറ്റ് ചെയ്യുന്നുണ്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ തീർച്ചയാണ് പറഞ്ഞത് അതിലാണ് ഈ പറയുന്ന സെൽഫ് ഹാം ഏറ്റവും കൂടുതൽ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു വ്യക്തികളെ കൂടെ ജീവിക്കാനും ഈ വ്യക്തികളെ ഡീൽ ചെയ്യാനും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അതിൽ കാണുന്ന മേജർ ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം വളരെ കറക്റ്റ് ആണ് പിന്നെ ഒരു ഒരു പോയിന്റ് ഈ ഡ്രഗ്സ് ഡ്രഗ്സ് ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്നുണ്ട് നല്ലപോലെ ഹാലൂസിനേഷൻ ഉണ്ടാക്കും പലപ്പോഴും ആൻഡ് ഹാലൂസിനേഷൻസ് ഉണ്ടാകും അപ്പം ഈ ഈ പലരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് തന്നെ ഈ ഹാലൂസിനേഷൻസിന് വേണ്ടിയാണ് അപ്പൊ തന്നെ അവരുടെ ഹാലൂസിനേഷൻ അപ്പൊ ആ ഹാലൂസിനേഷൻ ഒരു ഇഫക്റ്റ് ആയിരിക്കും ഇതെല്ലാം എന്ന് വെച്ചാൽ ഹാലൂസിനെ അപ്പൊ നോർമൽ തിങ്കിങ് പോയില്ലേ ഓക്കെ ഹാലൂസിനേഷൻ ഇഫക്റ്റ് കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടാണ് വരാറ് ഡ്രഗ് ഇഫക്റ്റിന് സെൽഫ് ഹാം വരാറുണ്ട് പക്ഷെ അതിനേക്കാളും കൂടുതൽ അവരൊരു എൻജോയ്മെന്റ് വേൾഡ് ഒരു മായ വേൾഡിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ അത് കുറച്ചും കൂടിയും എനിക്ക് തോ അത്രയും അങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഒരു ഡ്രഗ് ഇഫക്റ്റ് ഒരു സെൽഫ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് മരിക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ മരിക്കണു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട് പക്ഷെ അതിനേക്കാളും കൂടുതൽ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ടാണ് പൊതുവെ ഈ ഒരു സെൽഫ് ഹാം മെജോറിറ്റി നമ്മൾ കണ്ടുവരുന്നത് okay world health organization sister ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു യെസ് സിസ്റ്റർ um, ഞാൻ ഇന്റേൺഷിപ്പിന് പോയപ്പോൾ കണ്ടിരുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി um, എപ്പോഴും ദേഷ്യം വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അവന്റെ ദേഷ്യം അവൻ അടക്കാൻ വേണ്ടി ചെയ്തത് അവന്റെ കയ്യിൽ കയ്യിൽ എന്താ കിട്ടുന്നത് വെച്ചാൽ പെണ്ണാണെങ്കിൽ പെൻ പെൻസില് എന്തായാലും അതുകൊണ്ട് സ്വയം മുറിവേൽപ്പിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ അവന് ദേഷ്യം അവൻ കാമാവാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ പെടും അവനെ വേറെ സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്തു പ്രിൻസിപ്പളിനെ അറിയിച്ചുകൊണ്ട് പക്ഷെ ഇങ്ങനെ ഒരു മെന്റാലിറ്റി വരുന്നത് അത് ഏത് ടൈപ്പ് ഇതിൽ പെടും അതാണ് ഞാനിപ്പോ ഈ പറഞ്ഞ സംഗതിനെ കോപ്പിംഗ് സ്ട്രാറ്റജി കാരണം ഇവനെ ആ ഒരു ഇമോഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അതിൽ നിന്ന് കയറി പോരാൻ ആഗ്രഹമുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി അവൻ ആ ദേഷ്യം വരുമ്പോ അവൻ അവൻ നമ്മൾ ദേഷ്യത്തിന് ഒരു സെക്കൻഡ് ടൈമേ ഉള്ളൂ അപ്പൊ അതിലേക്ക് ഡൈവേർഷൻ വരികയാണ് വേദനയിലേക്ക് ഡൈവേർഷൻ വരണം ഓട്ടോമാറ്റിക്കലി അവൻ കയറിപ്പോരുന്നു that is a method wrong coping strategy ആണ് എടുത്തിരിക്കുന്നത് ഡൈവേർഷനെ വേറെ ഏതിലേക്കെങ്കിലും കടത്തി വിടണം വേറെ അങ്ങനത്തെ ഒരു പെടുന്നില്ലല്ലോ അതൊരു കോപ്പിംഗ് സ്ട്രാറ്റജി അവൻ ഇല്ല ഇല്ല സിസ്റ്റർ വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ സിസ്റ്റർ നമ്മള് ചില ചില ആൾക്കാരില് അൺബെയറബിൾ പെയിൻ കാരണം അവർ സെൽഫ് ഹാം ചെയ്യുന്നുണ്ടല്ലോ ചില അസുഖങ്ങളിൽ ഞാനൊരു കേസ് കേട്ടിട്ടുണ്ട് മൈഗ്രെയിൻ്റെ കേസ് ആ പെയിൻ ബെയർ ചെയ്യാൻ വയ്യാതെ ഒരാൾ സൂയിസൈഡ് ചെയ്തു ഒരു പെൺകുട്ടി അതും ഈ ഇതേ സ്ട്രാറ്റജി സ്ട്രാറ്റജിയിൽ തന്നെ വരുമോ സൂയിസൈഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് പല രീതിയുണ്ട് ഇപ്പൊ പെയിൻ ബെയർ ചെയ്യാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്യാന്ന് പറയണത് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ് കാരണം മെഡിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ പെയിൻ റിലീഫ്സ് ഒത്തിരി ഉണ്ട് അപ്പോൾ അതെടുത്താൽ മാറേണ്ടതല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ സൂയിസൈഡൽ ഐഡിയേഷൻ അറ്റാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയണ മൈഗ്രെയിൻ എന്ന് പറയണതിന് ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഇഫക്റ്റ് ആണ് അതായത് എൻവയോ നമ്മൾ പറയില്ല ഒരു സംഗതി നമുക്ക് സൂയിസൈഡൽ ഐഡിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ട് ജീവിക്കാൻ വലിയ താല്പര്യമില്ല ഭയങ്കര അങ്ങനത്തെ സംഗതികൾ ഇല്ലാതിരിക്കെ നമുക്ക് ഈ ഒരു പെയിൻ ഓവറായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലൈഫ് വേണമെന്നൊന്നും തോന്നുന്നില്ല അത് രണ്ടും കൂടി കൂടുമ്പോഴാണ് നമുക്ക് മരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ചാടുന്നുള്ളൂ അതല്ലാതെ മൈഗ്രെയിൻ പെയിൻ കൊണ്ട് സൂയിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ അത് നടക്കുന്ന ഒരു കാര്യം അല്ല കാരണം അതിലും വലിയ പെയിൻ വ്യക്തികൾ ബെയർ ചെയ്യുന്നില്ല ഇപ്പൊ ഒരു പ്രഗ്നൻസി പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പെയിനാണ് അതും പെയർ ചെയ്യുന്നില്ല അപ്പൊ പെയിൻ കൊണ്ട് ആവില്ല കാരണം പെയിൻ റിലീഫ് നമുക്ക് ഒത്തിരി ഉണ്ട് ഇനി ഈ ഒരു അസുഖം പല കാര്യങ്ങളെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഈ ഒരു പെയിൻ കൊണ്ട് ജോലി പോയി അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അറ്റൻ കോൺസെൻട്രേഷൻ പോകുന്നു ലൈഫിന് സന്തോഷം വരുന്നില്ല അതാണ് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഈ ഫാക്ടേഴ്സുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സൂയിസൈഡൽ ഐഡിയേഷനിലേക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി മരിക്കില്ല ഐഡിയേഷനിലേക്കാണെങ്കിൽ ആ ഐഡിയേഷന് ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയുടെ പാറ്റേൺ ഓഫ് ലൈഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലാതെ ഈ ഒരു അസുഖം കൊണ്ട് ഒരിക്കലും ഒരാൾ മരിക്കണമെന്ന് ഇല്ല അതിന്റെ അണ്ടറിലേക്ക് കുറച്ചും കൂടി ഒരു അനാലിസിസ് പോകേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു സിസ്റ്റർ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ biological psychological and social factors included ആണ് എന്നുള്ളത് ഒരിക്കലും ചിലപ്പോൾ അവിടെ ഒരു ബയോളജിക്കൽ ഫാക്ടർ ഉണ്ടായിരിക്കാം അതല്ല എങ്കിൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരിക്കാം അതല്ല എങ്കിൽ ഒരു സോഷ്യൽ ഫാക്ടേഴ്സ് അതും ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു പുതിയ സ്റ്റഡീസ് പറയുന്നതും അത് തന്നെയാണ് നമ്മളുടെ സൂയിസൈഡ് ഐഡിയേഷൻ ഒരിക്കലും ഇത് മാത്രമല്ല ഈ ഒരു ബ്രെയിൻ ആയിട്ട് റിലേറ്റഡ് ചെയ്തിരിക്കുന്ന സംഭവം ആണ് എന്നുള്ളത് അപ്പോൾ ഒരു പെയിൻ കൊണ്ട് മാത്രം ഒരിക്കലും ഒരു വ്യക്തിയും മരിക്കാൻ പോകുന്നില്ല മരിക്കില്ല അതിനൊരു അതർ ആസ്പെക്ട്സും കൂടി നമ്മളൊന്ന് അസസ് ചെയ്യണം എങ്ങനെയുണ്ടായിരുന്നു ആളുടെ പൊതുവെ ഇൻട്രോവേർട്ട് ആയിരുന്നു അങ്ങനെ കുറെ ക്യാരക്ടർ കുറെ സംഗതികൾ അതിലൊന്ന് അനലൈസ് ചെയ്യണം world health organization defined self harm self harm as an act with non fatal outcome in which an individual deliberately initiates a non-habitual behavior that without intervention from others വേറൊരാളുടെ ഇന്റർവെൻഷൻ അല്ല അവനവന്റെ ഉള്ളിൽ നിന്ന് തോന്നി അവനവൻ തന്നെ നമ്മളെ തന്നെ ബുദ്ധി ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് സെൽഫ് ഹാം എന്ന് പറയുള്ളൂ അല്ലാതെ വേറൊരാൾ ഇൻസിസ്റ്റ് ചെയ്തത് കൊണ്ടോ അവര് നമ്മളെ നാഗ് ചെയ്ത് പ്രൊവോക്ക് ചെയ്തത് കൊണ്ടോ ഒന്നുമല്ല അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒന്നാണ് will cause self-harm or deliberately ingests a substance in excess of the prescribed or generally recognized therapeutic dosage and which is aimed to realizing changes which the subject desired via the actual or expected physical consequences നമ്മൾ കഴി നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ഡോസിനു മുകളിൽ പല രീതിയിലാണ് നമ്മൾ സെൽഫ് ഹാം നടത്തുക ഡോസിന് മുകളില് നമുക്ക് തന്നിരിക്കുന്ന മെഡിക്കേഷൻസോ സാധനങ്ങളോ കഴിച്ചുകൊണ്ടോ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടോ ഫിസിക്കലി എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഫിസിക്കലി നമ്മളെ ഹാം ചെയ്യുന്ന നമ്മുടേതായ വേറൊരാളുടെ ഇൻവോൾവ്മെന്റിന്റെ ഭാഗമല്ല ചിലപ്പോൾ ഒരാൾ പ്രൊവോക്ക് ചെയ്യുന്നത് കൊണ്ടാകാം പക്ഷെ നമ്മളാണ് പോയി മരിച്ചുകൂടെ എന്ന് പറഞ്ഞത് കൊണ്ടല്ല നമ്മൾ ഒരു തല്ലി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പോയി ചെയ്യണം അതല്ലെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് തോന്നുന്നു നമ്മൾ പോയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇതിന് പുറമേ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് അല്ല അവനവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇൻസ്റ്റിങ് ആണ് വ്യക്തിയെ ഇത്തരം ഒരു ആക്ഷനിലേക്ക് നയിക്കുന്ന എന്നൊരു ഡെഫിനിഷനാണ് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചത് ഇനി എന്തുകൊണ്ടാകാം ഇങ്ങനെ ഒരു സെൽഫ് ഹാം വരുന്നേ individuals motive for committing the act ഇതൊരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അർജാണ് നമ്മളെ കൊണ്ട് നിർബന്ധിക്കുന്നു ഇങ്ങനെ ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നു intentions at the time of the act ഇതിലെ ഒന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് രണ്ട് സമയം ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറിപ്പോയാൽ ചിലപ്പോൾ അത് ചെയ്യണമെന്നില്ല അപ്പൊ ആ ഒരു ടൈം ഉണ്ട് functions served by the act of ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ വഴക്കുകൾ ഇതെല്ലാം അതിനെ പ്രേരിപ്പിക്കാം സോഷ്യൽ പ്രസിപ്പിറ്റൻസ് നമുക്ക് സമൂഹത്തിൽ നിന്ന് വരുന്ന ചില കണ്ടിന്യൂസ്ലി വരുന്ന നേരത്തെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വേദന എന്ന് പറയുന്ന ഒരു സാധനമല്ല അതിനോട് ചുറ്റിപ്പറ്റി കുറെ സാധനങ്ങൾ അതിനോട് വരുന്നുണ്ടെങ്കിൽ ആണ് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എപ്പോഴും സൂയിസൈഡൽ ഐഡിയേഷൻ അല്ലെങ്കിൽ സൈക്കോസിസ് എന്ന് പറയുന്ന സാധനത്തിനെ ഒരു ഇവന്റ് കൊണ്ടല്ല അല്ലെങ്കിൽ ഒരു സംഭവം കൊണ്ടല്ല അതിനോട് റിലേറ്റ് ചെയ്ത കുറെ സംഭവങ്ങളാണ് അത്തരം ഒരു ആക്ഷൻ എടുക്കാനോ അത്തരം ഒരു രീതിയിലേക്ക് മനുഷ്യനെ ഉന്തിവിടുന്നത് അതുപോലെ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ ഒരു സെൽഫ് ഹാം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ സോഷ്യൽ പ്രസിപ്പിറ്റൻസ് വളരെയധികം സോഷ്യൽ പ്രഷർ പല രീതിയിൽ അനുഭവിക്കുന്നുണ്ടാകാം ദെൻ മെന്റൽ ഹെൽത്ത് റീസൺസ് അവനവന് മെന്റൽ ഹെൽത്ത് വീക്കായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇതിലേക്ക് പെട്ടെന്ന് വീഴാം functions served by self harm ഇതിന് നമുക്ക് എങ്ങനെയാണ് ഇവരെ സഹായിക്കാൻ പറ്റുക എന്നുള്ളതാണ് എഫക്ട് റെഗുലേഷൻ നമ്മളെപ്പോഴും നോക്കേണ്ടത് മൂഡ് ചേഞ്ച് ആണ് ഒരു പരിധി വരെ അപ്പൊ നമ്മൾ ഈ ഒരു മൂഡിനെ നമ്മളൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ പഠിപ്പിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് growing child may impair his or her ability to cope with emotional distress genetic disposition for emotional instability ഒരു റീസൺ ആണ് ബൈ നേച്ചറലി നമുക്ക് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ അത് ബാധിക്കാം അത് അതാണ് പറയണത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അത് അതിന് പക്ക ഉദാഹരണമാണ് അപ്പൊ അതല്ല പിന്നെ ഇമോഷണൽ ഡിസ്ട്രെസ്സിനെ കോപ്പ് ചെയ്യാനായിട്ട് ശരിക്കും കിട്ടുന്നില്ലെങ്കിലും ഈ ഒരു മൂഡ് റെഗുലേറ്റ് നമ്മൾ പറയുന്നത് വാരിയേഷൻസ് വരും അപ്പൊ നമ്മുടെ മൂഡിനെ റെഗുലേറ്റ് ചെയ്യാൻ നോക്കുന്നത് പറ്റാതിരിക്കുന്ന ഒരവസ്ഥ അതിലാണ് നമ്മൾ ഈ ഒരു സെൽഫ് ഹാമിലേക്ക് വ്യക്തി പോകുന്നത് നമ്മൾ നമ്മളാൽ തന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുക വീക്കായി പോകുക ഒട്ടും തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റാതിരിക്കുക നമ്മൾ തീരെ തോറ്റു എന്നൊക്കെ തോന്നൽ വരിക അങ്ങനെ ആ ഒരു ഫീലിംഗിൽ നിൽക്കുമ്പോഴാണ് അല്ലെ ഹൈ ഡിസ്ട്രസ്സിൽ നിൽക്കുമ്പോഴാണ് ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത രീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ആക്ഷനിലേക്ക് മനുഷ്യൻ പോകുന്നത് ദെൻ ആന്റി സൂയിസൈഡ് സൂയിസൈഡ് ചെയ്യാനുള്ളത് അത്രയും ഇല്ല പക്ഷെ individuals may use self harm as a coping mechanism for resisting to attempt suicide നമുക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള ധൈര്യം ഇല്ല അപ്പൊ അതിനോട് റിലേറ്റ് ചെയ്തതാണ് ഈ സംഗതി അപ്പൊ നമ്മളെ തന്നെ ഉപദ്രവിച്ച് നമ്മളൊന്ന് സാറ്റിസ്ഫൈ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോഴൊക്കെ വരാം feeling generations individuals who self ഹാ may have experience dissociation a perceived detachment of the mind from the emotional state of നേരത്തെ ഇവിടെ ഒരു സാധനം പറഞ്ഞില്ലേ ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ കയ്യുമ്മ കുത്തി എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യാണ് ആ സംഗതി അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അറ്റൻഷൻ വേറൊരു ഇതിലേക്ക് ഇമോഷൻ ബോഡിയിലേക്ക് ശ്രദ്ധ വരുന്നു ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതാണ് ഡിസസോ ഒരു ഇതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഡിസ തിരിച്ചു കാണുന്നു അപ്പോൾ അതൊരു ഉദാഹരണമാണ് നല്ലൊരു ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ചില രീതി കൊണ്ട് നമുക്ക് ഈ ഒരു സെൽഫ് ഹാം ഒരു പ്രിക്കോഷൻ ആക്കി ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട് അത് when loved ones were perceived and absent അപ്പൊ എന്റെ കൂട്ടത്തിൽ എന്റെ ലൗഡ് വൺ ഇല്ല example a very erratic or depressed mother for prolonged periods this is a psychologically very distressing to the child അപ്പോൾ കുട്ടിയുടെ കൂടെ അമ്മ കുറേ നാളില്ല അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിച്ച് ആ ഒരു ഫീലിങ്ങിനെ നമ്മൾ ജനറലൈസ് ചെയ്യുന്നു ജനറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മാറ്റി ഡിസ്പ്ലേസ് ചെയ്യാണ് മാറ്റിക്കളയുവാണ് ആ ഒരു രീതിയിലും ഇത് ചിലപ്പോഴൊക്കെ നമുക്ക് യൂസ്ഫുൾ ഒക്കെ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നു ഇത് ഏത് രീതിയാണെങ്കിലും ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇത് ശരിയല്ല പക്ഷെ അത് മനുഷ്യൻ പല രീതിയിൽ പല മോഡില് ഇത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഇനി interpersonal influence at time self harm may be use to influence people ഇനി മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പേടിപ്പിക്കാൻ അതല്ലെങ്കിൽ നമ്മൾ ഹെൽപ്ലെസ് ആകുമ്പോൾ അവരൊന്നും മിണ്ടാതിരിക്കാൻ ചിലപ്പോൾ ഒത്തിരി വഴക്കുണ്ടാക്കുമ്പോൾ വഴക്കൊന്നും നിൽക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാറുണ്ട് ഇന്റർപേഴ്സണൽ ബൗണ്ടറീസ് നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ സെൽഫ് ഹാം ഒരു മെത്തേഡായിട്ട് നമ്മൾ ഉപയോഗിക്കും സെൽഫ് പണിഷ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും സെൻസേഷൻ സീക്കിംഗ് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഒപ്പീനിയൻ ഒരു സിമ്പതറ്റിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു പാവം എന്നൊക്കെ പറയുന്ന ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സെൽഫ് ഹാം ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട് ദോസ് ഹു ആർ അസോ isolated or living in areas of socio economic deprivation have increased rate of suicide and deliberate self harm mental health issues ഉള്ളവർ നമുക്ക് നമ്മൾ സാധാരണ പറയുക നമുക്ക് അത്യാവശ്യം ഒരു സബ്ജക്റ്റീവ് വെൽബീയിങ് അതല്ലെങ്കിൽ മെന്റലി ഹെൽത്തി അറ്റ്മോസ്ഫിയർ നമുക്ക് വേണം അതുണ്ടെങ്കിൽ ഒരു പരിധി വരെയുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ കോപ്പിംഗ് രീതികൾ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും മെന്റൽ ഹെൽത്ത് അസസ്മെന്റ് ടൂളുകൾ പലതുണ്ട് അപ്പം അത് വെച്ചിട്ട് നമ്മുടെ എഫ് മൂഡ് ചെക്ക് ചെയ്യാൻ പറ്റണതുണ്ട് അതല്ലെങ്കിൽ ഫീബിൾ മൈൻഡ് ചെക്ക് ചെയ്യാൻ പറ്റണതുണ്ട് അപ്പം ഇതിലൂടെയൊക്കെ നമുക്ക് അറിയുന്നത് നമ്മളൊരു പ്രോപ്പർ ഹെൽത്തി പേഴ്സൺ ആണോ കാഴ്ചയിൽ ചിലപ്പോൾ നമ്മുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ളവരായിരിക്കും പെട്ടെന്ന് ഒരു സംഗതി വെക്കുമ്പോൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആകുക പിന്നെ ഓഫായി കഴിഞ്ഞാൽ ഓണാകാൻ ഒരു മൂന്ന് ദിവസം എടുക്കുക ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോഷ്യലി ഇൻവോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക ഇങ്ങനെ നമ്മുടേതായ പെക്യൂലിയാരിറ്റീസ് കുറെ വന്നു കഴിയുമ്പോൾ വീക്കാകുന്നതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് മാനസിക ആരോഗ്യം ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഒന്നാണ് മാനസിക ആരോഗ്യം ഇത് വീക്കായി കഴിഞ്ഞാൽ മനുഷ്യന്റെ എക്സ്പ്രഷൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അവര് അവരെ തന്നെ സേവ് ചെയ്യാനുള്ള പല റെമഡീസ് അവര് എടുക്കും ആ റെമഡിയിൽ ഒരു റെമഡിയാണ് self harm it's a dangerous remedy പക്ഷെ ഇത് ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആള് അല്ലെങ്കിൽ കൂടെ ആയിരിക്കുന്ന ആള് ചിലപ്പോൾ മിണ്ടാതി പേടിക്കും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ പിന്നീട് ആ ഒരു റെമഡിയാണ് ലൈഫിന്റെ റെമഡിയൊക്കെ ആയിട്ട് എടുക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് ഇത് തിരുത്തേണ്ട ഒരു ആസ്പെക്റ്റ് ആണ് factors mental health difficult difficulties are frequently seen in individual to self harm ഇത് മെയിനായിട്ട് ഇതിനൊരു പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത് the ideal method of protection against self-harm is prevention. That is reduction of number of new cases as well as prevention. ഈ ഒരു സെൽഫ് ഹാമിൽ പെടുന്നത് ഇവർ പെടുത്തിയിരിക്കുന്നതാണ് സൂയിസൈഡൽ ഐഡിയേഷൻ ടു പല കാരണങ്ങൾ കൊണ്ട് സൂയിസൈഡൽ ഐഡിയേഷൻ വരും weaker self concept self esteem extreme fear job ഓപ്പർച്യൂണിറ്റീസിലൊക്കെ ഇന്നിപ്പോൾ കൊറോണ കാലത്ത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ഒത്തിരി സൂയിസൈഡൽ കേസസ് പൊന്തിയായിരുന്നു അപ്പൊ അതുകൊണ്ട് അതൊരു നമ്മൾ പറയുന്നത് ഒരു സ്റ്റേബിൾ മൈൻഡ് പോയത് കൊണ്ട് വന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇനി തീരെ ഈ ഒരു സൂയിസൈഡൽ ഐഡിയേഷൻ ഇതൊരു തോട്ട് പാറ്റേൺ ഉള്ള ചേഞ്ച് ആണ് തീരെ പറ്റണില്ല ഇപ്പൊ ചിലവരൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഒരു ടീച്ചർ ദുബായിൽ അങ്ങോട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ അവന്റെ തല പോയപ്പോഴാണ് അവൻ ഇവിടെ നാട്ടിലേക്ക് വന്നിട്ട് എന്നെ കാണാൻ വന്നത് കാരണം അവൻ പറഞ്ഞത് ഇങ്ങനെയാണ് സിസ്റ്റർ എന്റെ കുടുംബം മുഴുവൻ ഇവിടെയാണ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ കണ്ണിന് ഒരു കണ്ണിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കണ്ടിന്യൂസ്ലി ഈ പറയുന്ന ഓൺലൈനിന് മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്ക് പേടി കയറുന്നു ഞാനൊരു മൂന്ന് പ്രാവശ്യം ഡോക്ടറുടെ അടുത്ത് പോയി ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കാഴ്ച കുറഞ്ഞ കണ്ണിന്റെ കാഴ്ച അത്രക്ക് തന്നെയുള്ളൂ പക്ഷെ ഈ റൈറ്റ് കണ്ണിന്റെ കാഴ്ചക്ക് യാതൊരു പ്രശ്നവും പറ്റണില്ല പക്ഷെ ഇവൻ കൂടുതൽ നേരം യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവന്റെ കണ്ണ് റെഡിഷ് ആയിട്ട് വരുമ്പോൾ ഇവന്റെ ഉള്ളിൽ ഒരു പേടി കയറുകയാണ് ഉള്ള ഒരു കണ്ണും കൂടി നഷ്ടപ്പെടും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കാത്തിരിക്കുന്ന ഒരു കുടുംബം എനിക്കുണ്ട് എന്റെ കൊച്ചു കുട്ടിയുണ്ട് ഇവരെല്ലാവരും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുട്ടീനെ കാണാൻ വരുന്നു ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണാൻ പോകുന്നു ഇടയ്ക്കിടയ്ക്ക് കണ്ണിനെ കുറിച്ച് കോൺഷ്യസ് ആകുന്നു ഇടയ്ക്കിടയ്ക്ക് കമ്പ്യൂട്ടർ ഓൺ ആൻഡ് ഓഫ് ആക്കുന്നു അങ്ങനെ ഒരു നമ്മൾ പറയുന്ന മൊത്തത്തിലെ സിസ്റ്റം മാറിപ്പോകുന്നു ഉള്ളിൽ ഭയം കയറുന്നു മരിക്കണമെന്ന് മരിക്കാവോ ഞാൻ പോവാവോ ഇനി കണ്ണില്ലെങ്കിൽ എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള തോന്നലുകൾ തലയിലടിക്കുന്നു പിന്നീടാണ് അതൊരു ഡിസോർഡറിലേക്ക് പോകുന്നത് മെഡിക്കൽ കെയർ എടുക്കേണ്ടി വന്ന അവസാനത്ത് കുറെ നമ്മൾ കുറെ പരിശ്രമിച്ചു നോക്കി പക്ഷെ അവന് അവനാൽ തന്നെ കയറി പോരാൻ പറ്റുന്നില്ല മെഡിക്കൽ കെയർ എടുത്തിട്ട് വൺ മന്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അവൻ വീണ്ടും ദുബായിൽ പോയി ഗവൺമെന്റ് പോസ്റ്റാണ് ദുബായി പോയി വീണ്ടും ടീച്ചിങ് പോസ്റ്റിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു സെൽഫ് ഹാം അല്ലെങ്കിൽ സൂയിസൈഡൽ ഐഡിയേഷൻ പല റീസൺസ് കൊണ്ടാണ് ഇത് പൊന്തി വരുന്നത് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ തുടക്കത്തിലേ നമ്മൾ പ്രിക്കോഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ലൈഫിനെ പോലും ത്രട്ടൺ ചെയ്യുന്ന ഒന്നായിട്ട് മാറാം Management important principles of management are establishing adequate rapport with the patient, privacy and maintenance of confidentiality ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവരോടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇവരുടെ നമുക്ക് കൺസേൺ വേണം ഇതൊരാളോട് അവതരിപ്പിക്കണമെങ്കിൽ പിന്നെ ഇവരെ അത്യാവശ്യം മെഡിക്കൽ കെയറിന് ഇവരെ എത്തിക്കേണ്ടതുണ്ട് then conduct interview safely and with adequate time let patient tell their story fully then question relatives ഇവര് ഇവരെ മാത്രമല്ല കാണേണ്ടത് ഇവരെ ഇവരുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന മറ്റ് റീസെന്റ്ലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള ഒരു റാപ്പോർട്ടും രീതികളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഇതിൽ എസ് എസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് long term vulnerabilities short term vulnerabilities precipitating factors ഇതിപ്പോൾ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ സാധ്യതകൾ മുന്നോട്ടുള്ള സാധ്യതകൾ അത് ഷോർട്ട് ടേം രീതിയിലും ലോങ് ടേം രീതിയിലും ഇവരെ ഒരു ഈ ഒരു ഈ ഒരു ഈ ഒരു ടീച്ചറിനെ നമ്മളാക്കുമ്പോൾ അവരുടെ ഒരു ഡെഫിഷ്യൻസി സൈഡ് ഉണ്ട് ഫാമിലി ഉണ്ട് ഫിയർ ഉണ്ട് ഹൈ ആങ്സ് ആങ്ഷ്യസ് ആങ്സൈറ്റിക്കാണ് അവൻ മരുന്നെടുത്തത് ഹൈ ആങ്ഷ ആങ്സൈറ്റി റേറ്റ് ഉണ്ട് ഇതാണ് അതിനെ ഒരു പ്രോഗ്രാം ഇടുമ്പോൾ അതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് അസസ്മെന്റിൽ നമ്മൾ എടുക്കുക ദെൻ ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ സ്കൂൾ സിസ്റ്റം ഓൺലൈൻ സിസ്റ്റം അങ്ങനെ connectivity to the other programmes ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ചേർത്തിട്ടാണ് ഇവർക്ക് ഒരു പ്രോഗ്രാം ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുക management of persons who engage in deliberate self harm should focus on three major areas immediate medical management of self harming behaviour നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവരെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കെയറിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് വെറുതെ ത്രട്ടണിങ് അതല്ലെങ്കിൽ തല്ലി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ബഹളം വെക്കണ ആ ഒരു ഇതല്ല അല്ലാതെ ഇതിന്റെ ഒരു ഇത് കേൾക്കുമ്പോൾ ഇതിന്റെ സിവിയറിറ്റി അനുസരിച്ച് ഇവരെ മെഡിക്കൽ മാനേജ്മെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെഡിക്കൽ കെയറോട് കൂടിയിട്ട് ഇവരെ കൗൺസിലിംഗ് നടത്തുന്നതാണ് കാരണം എന്തിലാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആൾക്ക് മെഡിക്കൽ കെയർ കൊടുത്തത് ആങ്സൈറ്റിയിലാണ് ആങ്സൈറ്റി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുടെ തോട്ട് മാറി രീതികൾ മാറി എക്സ്പ്രഷൻസ് മാറി അപ്പൊ പിന്നെ നമ്മൾ അസർട്ടീവ്നെസ് ട്രെയിനിങ് കൊടുക്കുന്നു പോസിറ്റീവ് മൂവ് ചെയ്യാനായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നു അവർ തന്നെ അവരുടെ ലൈഫിന് ഒരു സ്കീം ഇടുന്നു ഇങ്ങനെയുള്ള രീതിയാണ് അപ്പൊ അതുകൊണ്ട് എന്തിലാണോ അവർക്ക് ഈ സെൽഫ് ഹാം അടിച്ചിരിക്കുന്നത് അതിനുള്ള മെഡിക്കൽ കെയർ നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് then management of underlying psycho psychopathology അതായത് medications and psychosocial therapies അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സൈക്കോ തെറപ്പികൾ പോകുന്നു measures to prevent the recurrence of self ഹാമിങ് ബിഹേവിയർ നമ്മൾ അളക്കുന്നു ഏഹ് ഇതെന്തുമാത്രം ഇപ്പം ഇങ്ങനെ സെൽഫ് ഹാം ചെയ്യുന്ന അല്ലെങ്കിൽ മരിക്കണം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ചിലവരൊക്കെ മരുന്നൊക്കെ ഒരുക്കി വെച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളതിനോട് നിന്ന് എന്തുമാത്രം അവർ കയറി പോന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ഇതുവരെ എടുത്തതില് മാഡം ബിഹേവിയർ തെറാപ്പി ചെയ്യും ഡയലറ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ കോഗ്നറ്റീവ് ബിഹേവിയർ തെറപ്പിയുടെ ഒരു രീതിയാണ് ഡയലറ്റിക്കൽ ബിഹേവിയർ തെറപ്പി ഈ നമ്മൾ പറയണ ബിഹേവിയർ ആണ് ഇമ്പോർട്ടൻ്റ് കാരണം നമ്മൾ ഈ ഒരു സെൽഫ് ഹാം അറ്റാക്ക് ചെയ്യുന്നത് ബിഹേവിയറിനെയാണ് അങ്ങനെയല്ലേ ബിഹേവിയർ തെറപ്പിയുടെ പ്രത്യേകത എന്താ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാവോ എന്താണ് ബിഹേവിയർ തെറപ്പി ബിഹേവിയർ തെറപ്പിയുടെ ഓറിയന്റേഷൻ എന്താണ് ആരെങ്കിലും ബിഹേവിയർ തെറപ്പി എന്ന് പറഞ്ഞാൽ ഓറിയന്റേഷൻ നമുക്ക് ഓരോ തെറപ്പിക്ക് ഓരോ ഓറിയന്റേഷൻ അവരുടെ ബിഹേവിയർ ചേഞ്ച് ആക്കുക എന്നുള്ളത് ഇപ്പോൾ കൊഗ്നേറ്റീവ് ബിഹേവിയറിലാണെങ്കിൽ ഇത് ചേഞ്ച് അവരുടെ ആ ഒരു മനസ്സിനെ തോട്ട് പ്രോസസ്സിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഡി ബി ടി ആണെങ്കിൽ പോലും അത് സ്പെഷ്യലി നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് അപ്പൊ അതിനകത്ത് ആ ഒരു വ്യക്തിയുടെ കൊഗ്നീഷനെ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ ബിഹേവിയറിനെ മാറ്റിയെടുക്കുക എന്ന് അത് നമ്മൾ ആ ഒരു ഇമോഷനെ മാറ്റിയിട്ട് അവിടെ ആ ഒരു ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ് എന്റെ ചോദ്യം ബിഹേവിയർ തെറപ്പിയുടെ ഓറിയന്റേഷൻ എന്താണ് അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയലറ്റിക് ബിഹേവിയർ തെറപ്പി കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമാണ് reinforcement in the thinking pattern or thought pattern sorry അത് അത് കോഗ്നറ്റീവിന്റെ ആണ് തിങ്കിങ് പാറ്റേൺ വരുന്നത് പ്യുവർലി ബിഹേവിയർ തെറപ്പിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ് ബിഹേവിയർ ലേൺഡ് ആയതുകൊണ്ട് അതിലെ ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയും ഓക്കെ പഠിച്ചെടുത്തതാണ് ബിഹേവിയർ അങ്ങനെയല്ലേ ഒരു ഹാബിറ്റ് ആയിട്ട് വന്നത് ലേൺഡ് ആണ് ബിഹേവിയർ അത് ശരിയോ തെറ്റോ ആകാം അങ്ങനെയല്ലേ ബിഹേവിയർ നമുക്ക് ശരിയോ തെറ്റോ ആകാം ശരിയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നു തെറ്റാണെങ്കിൽ നമ്മൾ പറയുന്നത് അൺലേൺ ചെയ്യുന്നു അല്ലെങ്കിൽ റീലേൺ ചെയ്യുന്നു ഒന്നുകിൽ അത് മാറ്റുന്നു അല്ലെങ്കിൽ പുതിയത് പഠിക്കുന്നു ഇതാണ് ബിഹേവിയർ തെറപ്പിയുടെ ഭാഗം എങ്കില് അതിന്റെ മുൻപിലാണ് നമ്മൾ ഈ പറയുന്ന ഡയലറ്റിക്കൽ എന്ന് പറയുന്നത് നമ്മളൊരു ഇനി ഇത് തന്നെ കോഗനേറ്റീവ് ഒരു തെറപ്പി നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ബിഹേവിയർ തെറപ്പി എന്ന് പറയുന്നത് ഇവിടെ ഹാം ചെയ്യുന്നത് ഒരു ബിഹേവിയർ ആണ് നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിക്കുന്നു അങ്ങനെയുള്ളത് ഒരു ബിഹേവിയർ ആണ് അതുകൊണ്ടാണ് ആ ബിഹേവിയറിന് ഇത്രമാത്രം ഇമ്പോർട്ടൻറ്റ് ആ പഠിച്ച രീതി അത് ഏത് അസുഖത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയാലും ആ ഒരു സാധനം റോങ് ആണ് എന്നുള്ളത് തന്നെയാണ് അവരിവിടെ മെൻഷൻ ചെയ്യുന്നത് അപ്പൊ ആ ഒരു സംഗതിയെ കുറച്ചും കൂടി ബിഹേവിയറൽ അപ്രോച്ചസ് ഇട്ട് റീലേൺ ചെയ്യാനും അൺലേൺ ചെയ്യാനും അതിലൂടെ കോഗ്നറ്റീവ് ചേഞ്ച് വരുത്താനും പരിശ്രമിപ്പിക്കുക എന്നുള്ളതാണ് ഡയലറ്റിക്കൽ മെത്തേഡ് അത്രയേ ഉള്ളൂ അതില് നമ്മൾ പഠിച്ചെടുത്ത ഈ ഒരു ക്യാരക്ടറിനെ ബിഹേവിയറിനെ അൺലേൺ ചെയ്യാനും റീലേൺ ചെയ്യാനും സഹായിക്കുന്ന രീതിയിലുള്ള മോഡുകൾ ടെക്നിക് അതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ റീഎൻഫോഴ്സ്മെന്റോ പണിഷ്മെന്റോ അതല്ലെങ്കിൽ റിവേഴ്സലോ റിഹേഴ്സലോ ഞാൻ അതല്ല ട്രയൽ ആൻഡ് എററോ കണ്ടീഷൻഡോ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാം ഇറ്റ്സ് എ ഡയലറ്റിക്കൽ മോഡ് എന്ന് മാത്രമേ ഉള്ളൂ ബിഹേവിയർ തെറപ്പിയുടെ നോമായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളത് ഏതൊരു ആങ്സൈറ്റി റിലേറ്റഡ് അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് dialectical method of behaviour therapy ഒരു സംശയം ചോദിച്ചോട്ടെ മാഡം ഇപ്പൊ പറഞ്ഞു ബിഹേവിയർ മാറ്റുന്ന കോഗ്നീഷൻ മാറ്റും എന്നല്ലേ പറഞ്ഞത് through change of behaviour cognition is involve cognition is influenced അങ്ങനെ അപ്പം ഇപ്പൊ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി നേരെ തിരിച്ചല്ലേ കോഗ്നീഷനിൽ നമ്മൾ we bring in changes in cognition to bring in change in behaviour yes cognition തെറപ്പിയിൽ നമ്മൾ നോക്കുക തോട്ടിനെ മാറ്റുന്നു അതിലൂടെ ബിഹേവിയർ മാറുന്നു ഇമോഷൻസ് മാറുന്നു ബിഹേവിയർ തെറപ്പിയിൽ ഫോക്കസ് ഓൺ ബിഹേവിയർ അതിലൂടെ നമ്മൾ പറയണത് ആ ബിഹേവിയർ മാറുന്നതിനനുസരിച്ച് നല്ലൊരു തോട്ട് വരും അതിലൂടെ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് വരും എല്ലാം സെയിം തന്നെയാണ് ഏതൊരു തെറപ്പിയുടെ ഓറിയന്റേഷൻ ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഡയലറ്റിക്കൽ ബിഹേവിയർ തെറപ്പി ബേസ് ചെയ്യുന്നത് കോഗ്നറ്റീവ് ബിഹേവിയർ തെറപ്പി തന്നെയാണ് ഡയലറ്റിക്കൽ ബിഹേവിയർ തെറപ്പി ബേസ് ചെയ്യുന്നത് കോഗ്നറ്റീവ് ബിഹേവിയർ തെറപ്പിയാണ് എന്താണ് ഗോള് ഇപ്പൊ നമ്മൾ പറയില്ലേ ഒരാളെ പേടിപ്പിക്കുന്നതാണ് നമ്മുടെ ഗോൾ എന്ന് വിചാരിക്കും ഇവര് ഡയലറ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഗോൾ ഓറിയന്റഡ് ആണ് പർപ്പസ് ഓറിയന്റഡ് ആണ് അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ബിഹേവിയർ നമ്മൾ എടുത്തത് ഒരാളെ നമുക്കൊന്ന് ഒന്ന് അടിച്ചിരുത്തണം ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ തന്നെ ഉപദ്രവിച്ചത് എന്നതാണ് ഗോളെങ്കിൽ അതാണ് ആളുടെ പാറ്റേൺ ഓഫ് ലൈഫ് വരുന്നത് മാനിപ്പുലേറ്റിംഗ് ടു അതേഴ്സ് അപ്പൊ ആ ഒരു ഗോളിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ബിഹേവ് ചെയ്താൽ ആ ആൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു തോട്ട് നമ്മളെ കുറിച്ച് ഉണ്ടാകും അപ്പൊ അതിന്റെ ഗോൾ എന്തായിരിക്കും ഇങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഫോക്ക് ഇത് ഡി ബി ടി എപ്പോഴും ബേസ്ഡ് ഓൺ ബിഹേവിയർ ആണെങ്കിൽ ബേസ് ബിഹേവിയറിലാണ് ചേഞ്ച് വരുന്നതെങ്കിലും തോട്ടാണ് ബേസ് ബിഹേവിയർ തെറപ്പിയുടെ ഫുൾ മോഡ് അല്ല ബിഹേവിയർ ലേൺ ഓർ അൺലേൺ ചെയ്യുന്നു ഒപ്പം തന്നെ തോട്ടിലെ വ്യത്യാസം വരുന്നു ഗോൾ സെറ്റിംഗ് മാറും അല്ലെങ്കിൽ ഇതൊരു നല്ല തോട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ബിഹേവിയറിനെ നമ്മൾ ഫോം ചെയ്യുന്നത് ഗോൾ സെറ്റിംഗ് വെച്ചിട്ടാണ് ഒരു എൻഡ് ഗോൾ എപ്പോഴും ചേഞ്ച് ആക്കുന്നത് അതാണ് ഡയലറ്റിക്കലിന്റെ ഒരു മെത്തേഡ് എൻഡ് ഗോളിൽ വ്യത്യാസം വരുന്നു എന്തിനു വേണ്ടി ഞാനത് പറഞ്ഞത് പേഴ്സണാലിറ്റി ഡിസോർഡറുകളാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് അതേസമയം കുറച്ചും കൂടിയും ഒരു മാനിപ്പുലേറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കോപ്പിംഗ് സ്ട്രാറ്റജീസ് റോങ് ആണെങ്കിൽ ഡി ബി ടി വളരെ നന്നായിട്ട് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പിയുടെ അതേ മോഡ് ബിഹേവിയറിലാണ് ചേഞ്ച് വരിക താങ്ക് യു മാം ഒപ്പം തന്നെ വരുന്ന മറ്റ് തെറപ്യൂട്ടിക് മോഡുകളാണ് സൈക്കോ തെറപ്യൂട്ടിക് മൊഡാലിറ്റീസ് ഇത് ഏത് സൈക്കോ തെറപ്പി മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തെറപ്പി വേണമെങ്കിലും ഉപയോഗിക്കാം സൈക്കോ എഡ്യൂക്കേഷൻ ഉപയോഗിക്കാം ഇനി അതല്ല ഇവരുടെ തോട്ട് ചേഞ്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം ദെൻ എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ്സിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ സൈക്കോ തെറപ്യൂട്ടിക് മൊഡാലിറ്റി ഏത് വേണമെങ്കിലും ഇതിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൊടുക്കാം problem solving therapy problem solving therapy എന്ന് പറയുന്നത് ഷോർട്ട് തെറപ്പിയാണ് നമ്മളിപ്പോ ഒരു ഒരു ഇവന്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇതിൽ എന്താ ഉണ്ടായത് ഇതിൽ എന്തായിരുന്നു പ്രോബ്ലം എന്തായിരുന്നു നിങ്ങളുടെ തോട്ട് ഇത് ചേഞ്ച് ആക്കിയാൽ ഇത് മാറും എന്ന് പറയുന്ന ഷോർട്ട് തെറപ്പിയാണ് അത് എന്തുമാത്രം വർക്ക് ചെയ്യുന്ന അറിയില്ല പക്ഷെ ആ ഒരു സമയത്തിന് കാരണം സൂയിസൈഡൽ ഐഡിയേഷൻ നിങ്ങൾക്ക് അറിയാലോ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഒന്നാണ് അപ്പൊ ആ ഒരു സമയത്തിന് ഏറ്റവും ബെസ്റ്റ് തെറപ്പി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് പ്രോബ്ലം സോൾവിങ് തെറപ്പി ആയിരിക്കും കാരണം ആ ഒരു പ്രശ്നം സോൾവ് ചെയ്താൽ പെട്ടെന്ന് അവർ ആ ഒരു മരിക്കണം എന്ന് പറയുന്ന ചിന്തയിൽ നിന്ന് മാറും കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ അത് വീണ്ടും വരും അപ്പൊ ആ ഒരു സമയത്തിന് അത് നല്ലതാണ് പിന്നെ എത്രയും പെട്ടെന്ന് അവർ മെഡിക്കൽ കെയറിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇനി ചിലത് ഇഷ്യൂസ് ഫാമിലി ഇൻവോൾവ്ഡ് ആണ് സോഷ്യൽ സിറ്റുവേഷൻസ് ചിലത് പ്രഷറൈസ് ചെയ്യും അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഫാമിലി തെറപ്പി വെച്ച് മറ്റുള്ള എല്ലാവരും ഒരുക്കിയിട്ട് ഈ വ്യക്തിയെയും കൗൺസിലിംഗ് നടത്തുന്നതാണ് as a part of the family therapy പക്ഷെ എന്ത് തന്നെയായാലും pharmacological and clinical management go hand in hand ആണ് ഈ ഒരു ഗ്രൂപ്പിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ക്ലിയർ അല്ലേ ഓക്കെ ഇതോടുകൂടി ബ്ലോക്ക് നമ്മുടെ തീരുകയാണ് തേർഡ് ബ്ലോക്ക് നമ്മൾ ഫോർത്ത് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് സെഷൻ നിങ്ങൾക്ക് എത്ര മണിക്കാണ് പതിനൊന്നരക്കല്ലേ അതോ പന്ത്രണ്ട് മണിക്കാണോ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് നമുക്ക് പന്ത്രണ്ട് മണിക്ക് കണ്ടുമുട്ടാം അതുവരെ ഒരു break Thank you. Thank you. Thank you. Thank you, Thank you ma'am. Thank you. Thank you, sister. Thank you.